деле вся связь с этой подумать. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, madam. Good afternoon. Good afternoon, ma'am. Good afternoon, Libby ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Sixty seven ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ടു ടെൻ ആയി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു okay In our last class, we complete our second book, Methods and Techniques of Data Collection. ഒരു അത്യാവശ്യം ചെറിയൊരു ഐഡിയ ഒക്കെ എന്ന് കരുതുന്നു പിന്നെ ഓൺലൈൻ ക്ലാസ്സിന്റെ ലിമിറ്റേഷൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അതനുസരിച്ചിട്ടാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ ബുക്ക് കിട്ടിയെന്ന് കണ്ടു ഇതിന്റെ മാത്രം കിട്ടിയിട്ടില്ല തോന്നുന്നു റിസർച്ചിന്റെ അപ്പൊ അതിന്റെ പി ഡി എഫ് നോക്കി ഒന്ന് ഇതിന്റെ ഒപ്പം ഒന്ന് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ പിന്നെ ഒരു ബന്ധമില്ലാത്ത പോലെ ആയി പോകും റിസർച്ച് അപ്പൊ നമുക്ക് ഇന്ന് തേർഡ് ബുക്കാണ് നമ്മൾ നോക്കുന്നത് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഉം എന്താണ് what is research and methods of research and what are the techniques used for what are the methods and techniques for data collection uh, in our research we conduct uh, uh, research among mainly conduct research using samples sample and uh, different types of sampling techniques are discussed in our last class. And uh, now, what are the uh, statistical techniques uh, used for anal analyzing our data and its interpretation? There are so many uh, statistical techniques are uh, using for calculating or interpreting or analyzing the data from that anal analysis, we can we can conclude uh, what is uh, that particular behavior of an individual. So here we can discuss data analysis and interpretation. The screen is visible for you? Yes, ma'am. Okay, okay. And this was the chapter, the analysis and interpretation. Not visible, madam. Not visible. Visible, uh, visible. Now it's gone. Is it visible? Yes, Unit 13. Yes, yes, Unit 13. Uh, Unit 13, Analysis of Quantitative Data. Mm ഇവിടെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരുപാട് ടെർമിനോളജീസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും descriptive statistics inferential statistics parametric test non parametric test നമുക്ക് ജസ്റ്റ് നിങ്ങൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക എന്തിനാണ് ഈ ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നതെന്നും അതിന്റെ കാൽക്കുലേഷൻ ഒക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് നമുക്ക് എക്സാമിന് അതൊന്നും ചോദിക്കില്ല പക്ഷെ അറിഞ്ഞിരിക്കാനാണ് എന്ത് ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ് ഡാറ്റ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നറിയാൻ ആഹ് In our last classes, we will discuss what is qualitative uh, research and what is quantitative research. Uh, mainly, they, these are the two types of uh, data collections or data entering methods, qualitative and quantitative methods. You know what is qualitative and what is qualitative. and this uh, qualitatives is something related to is verbal or symbolic materials. Uh, in qualitative data method, we can collect data using the methods such as observation, interviews, questionnaire, opinion, opinions, inventories, or any other recorded data. All these are discussed in our last class. Uh, <coughs> and in quantitative data uh, is mainly used scales of measurement അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ക്വാളിറ്റേറ്റീവ് ഡാറ്റയിലും എന്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് അനാലിസിസ് നടത്തുക എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തതാണ് ഇനി ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് uh, ഞാൻ പറഞ്ഞു ഒരു കുറെ ടേംസ് നിങ്ങൾക്ക് പരിചയമില്ലാത്തത് വരും അപ്പൊ ആരും ടെൻഷനൊന്നും ആക്കണ്ട നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് നമ്മുടെ നമ്മുടെ സ്റ്റഡിയിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാന്നാണ് പറഞ്ഞത് മീൻസ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിൽ എന്തായിരിക്കും മെഷേഴ്സ് ബേസ്ഡ് ഓൺ ന്യൂമറൽസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അതായത് ക്വസ്റ്റനേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഡാറ്റ കളക്ഷൻ നടത്തുമ്പോഴാണ് എന്ത് മീൻസ് ഒരു നമ്പർ ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് മീൻസ് ഇനി എന്താണ് what is parametric test and non parametric test അത് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു തരാം ഒരു പാരാമെട്രിക് ടെസ്റ്റ് ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ആ കിട്ടുന്ന സാമ്പിള് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവണമെന്നാണ് പറയുക അതൊക്കെ ഒരു വേറെ ഒരു കോൺസെപ്റ്റ് ആണ് നോർമലി ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഡാറ്റ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് പാരാമെട്രിക് ടെസ്റ്റ് അല്ലെങ്കിൽ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലാത്ത ഡാറ്റയ്ക്ക് യൂസ് ചെയ്യുന്നതാണ് non parametric assumption for this parametric and non-parametric test if uh, if the scores of the of a test should be uh, in normally distributed we can use the parametric test or uh, or uh, mm, <coughs> <coughs> hence uh, the- this parametric kind of test should have an equal uh, variance uh, its uh, goodness of it these are the certain pa- uh, ca- assumptions for parametric test and uh, in non- non-parametric test the s- scores are skewed not are uh, if, uh, you ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഒക്കെ ഉണ്ട് ഒരു bell shaped curve it's purely statistics ആണ് Uh, ആ- അത് ആ കർവില് <coughs> സ്ക്യൂഡ് ആയിട്ടാണ് മീൻസ് ഒരു കർവ് റെപ്രസെന്റ് ചെയ്തിട്ട് ഡാറ്റ കാണിക്കുമ്പോൾ നമ്മുടെ ഡാറ്റ സ്ക്യൂഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ അപ്പോഴാണ് നമ്മൾ കൂടുതലും നോൺ പാരാമാട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് അത്രയും മനസ്സിലാക്കി വെച്ചിരിക്കുക and in quantitative data analysis ചെയ്യുമ്പോൾ we can use this parametric അതായത് പാരാമെട്രിക്കിലും നോൺ പാരാമെട്രിക്കിലും യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ രണ്ടും രണ്ടാണ് അപ്പൊ പക്ഷേ ഈ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ചെയ്യുമ്പോൾ both either parametric or non-parametric can be used based on its nature. And പിന്നെ വേറൊരു ടേംസ് ആണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് descriptive statistics and inferential statistics what is the difference between inferential and descriptive statistics and these descriptive statistics can be used to describe the population. പോപ്പുലേഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റഡി എങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് descriptive statistics in inferential statistic it is mainly it's concerned with making predictions or അതായത് നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യുന്നു പറഞ്ഞു ആ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ എന്നാണ് സ്റ്റഡി നടക്കുന്നത് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻഫറൻസസ് നടത്താൻ അല്ലെങ്കിൽ പ്രഡിക്ഷൻസ് നടത്താനാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ടെസ്റ്റിനെയാണ് എന്തെന്ന് പറയാ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം ബി ടേംസ് എല്ലാം എന്ന് മനസ്സിലിരിക്കുക what is parametric and non parametric descriptive and inferential statistics ഈ ഓരോ ടെസ്റ്റും രണ്ടും രണ്ട് കോൺസെപ്റ്റുകളാണ് ഓരോന്നിനും യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ രണ്ടും ഡിഫറെന്റ് ആയിരിക്കും പല ഡിഫറെന്റ് ടെസ്റ്റുകളാണ് എല്ലാത്തിനും യൂസ് ചെയ്യാന്നാണ് പറയുന്നത് and then Excuse me, ma'am. Yes Could you please put on your camera? Yes Yeah, could you please put on your camera? We could not see you. Okay Okay, okay, okay. Thank you, ma'am. Okay, thank you. <coughs> and these are the uh, different types of uh, qualitative, I'm sorry, uh, descriptive and inferential statistics. Uh, here we explain the different types of statistical method used for uh, conducting analysis. Mainly, descriptive statistics include measures of central tendency, measures of variability, measures of relative position, and measures of relationship. These are different uh, types of parametric uh, tests used in um, analysis of data. <coughs> and uh, um, And here in this unit, we'll study the nature of qualitative and quantitative data and uh, what are the different types of data. Qualitative data, uh, it's already, we will discuss what is qualitative data, okay. Quantitative data. Uh, here, In quantitative, mainly our quantitative data is obtained by using various tools like tools or tests based on scales of measurement. Uh, in our last classes, we will uh, discuss about the different scales of measurement, nominal scale, ordinal scale, interval scale, or ratio scale. In our psychological research, mostly we use these uh, nominal, ordinal, and interval scale. These ratio scales are mainly purely maybe based on physics or chemistry related subjects. Even it is also used in uh, psychology, but rarely. And these quantitative data are in both parametric and non-parametric data. Uh, mainly in parametric tests, they, it is used uh, these measures are based on interval or ratio scale measurement. Uh, we will uh, discuss what is parametric and what is non-parametric. If a test uh, must be, uh, it should be a parametric test. It uh, it meets certain assumptions like the data should be in a normal normally distributed. Uh, if the test is parametric or if the um, if the measurement is in a interval or, or, ratio scale, it should be a parametric strain Uh, we already discussed what is ratio scale, what is interval scale. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയാന്ന് വാട്ട് ഈസ് റേഷ്യോ സ്കെയിൽസ് ഒരു റേഷ്യോ സ്കെയിൽസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ there should be a absolute zero point means physics കെമിസ്ട്രിയിലാണ് ഞാൻ ഇത് കൂടുതൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞു ഒരു അബ്സല്യൂട്ട് സീറോ പോയിന്റ് ഉണ്ടെങ്കിലാണ് അതിനെ നമ്മൾ റേഷ്യോ സ്കെയിൽസ് എന്ന് പറയാം and this is the highest level of measurement highest level of in measurement because it permits all uh, all the four operations like subtraction uh, addition, subtraction, multiplication and division. എല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സും റേഷ്യോ സ്കെയിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത് ഇറ്റ്സ് പെർട്ടിക്കുലർലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം there must be a true zero value ഒരു സീറോ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സീറോയ്ക്ക് ഒരു വാല്യൂ ഉണ്ടെന്നാണ് പറയുന്നത് that is there is a true zero point because it is not commonly used in psychology it is commonly used in psycho physical methods of measurement and in in in Uh, in measurement scales, all the characteristics of the intervals. Next, we will move on to what is interval scales. Uh, we said that in parametric test used both interval and ratio scales. നമ്മുടെ മെഷർമെന്റ് ഇന്റർവെൽ സ്കെയിലിന് ബേസ് ചെയ്തിട്ടാണോ അതോ റേഷ്യോ സ്കെയിലിന് ബേസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ നോമിനൽ ആണോ ഓർഡിനൽ ആണോ നോക്കും ഈ ഇന്റർവെൽ അല്ലെങ്കിൽ റേഷ്യോ സ്കെയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൂടുതലും പാരാമെട്രിക് ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത് ഇനി ഇനി എന്താണ് റേഷ്യോ സ്കെയിൽ എന്ന് പറഞ്ഞു next we will said about what is interval scales there is an in, in, in, an interval scale, there is, a, a, there is no absolute zero point അതായത് ഇപ്പോ ഒരു ഇൻഡിവിജ്വലിന്റെ ഇന്റലിജൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സ്കോർ നമുക്ക് സീറോ ആണ് കിട്ടിയതെങ്കിൽ അതിന്റെ അർത്ഥം ആ കുട്ടിക്ക് ഇന്റലിജൻസ് ഇല്ല എന്നല്ല അല്ലെങ്കിൽ ഇപ്പൊ ഒരു മാത്സ് എക്സാം കഴിഞ്ഞു മാർക്ക് കിട്ടിയത് സീറോ ആണ് അങ്ങനെ പറയുമ്പോൾ സീറോ കിട്ടിയെന്ന് വെച്ചാൽ ആ അർത്ഥം ആ കുട്ടിക്ക് മാത്സ് എന്നതിൽ കഴിവില്ല എന്നുള്ള അല്ലെങ്കിൽ ഇന്റലിജൻസ് ഇല്ല എന്നല്ല അപ്പോൾ in in interval scale there is no absolute zero value അങ്ങനെ ഒരു സീറോ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ഹിയർ ഇൻ കൗൺസിലിംഗ് ആൻഡ് ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ് സോറി ഇതായിരുന്നു ആർബിട്രേറ്ററി ഒരു സീറോ എന്നൊരു കോൺസെപ്റ്റ് വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ പക്ഷെ സീറോ ആണ് നമുക്ക് സ്കോർ കിട്ടുന്നെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ എബിലിറ്റി ആ ഇൻഡിവിജ്വലിന് ഇല്ല എന്നുള്ളതല്ല അവിടെ പറയുന്നത് so there is they have no real zero point ratio സ്കെയിലിൽ അനുസരിച്ച് ഒരു സീറോ എന്നുള്ള ഒരു മെഷർമെന്റ് ഉണ്ടെന്നാണ് പറയുന്നത് but in in case of interval scale there is no real zero point this um, ഇവിടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് if suppose a child get zero score in a test of maths this does not mean that the child has no knowledge of maths അല്ലെ അങ്ങനെയാണ് അല്ലെ സീറോ കിട്ടിയെങ്കിൽ ആ കുട്ടിക്കൊട്ടും മാത്സ് അറിയുന്നില്ല എന്നല്ല അർത്ഥം അറിയാം പക്ഷെ എന്തോ കാരണത്താൽ മാർക്ക് സീറോ കിട്ടി അത്രേ ഉള്ളൂ that is the difference between interval and ratio scale if our test our data data is based on any of these two will do conduct our parametric test uh, in our study. And uh, in uh, non-parametric test, we also said that what is the assumptions for a non-parametric test? The data should be in a skewed manner. The non-parametric test can be used. If the scales are in nominal or ordinal scale, we can use the non-parametric test. Uh, means uh, what is nominal scales? Nominal scales means naming of the give names ഇപ്പൊ നമ്മൾ സോഷ്യൽ ഡെമോഗ്രഫിക് ഡാറ്റ കൊടുക്കുമ്പോൾ ഏജ് സോറി ഏജ് അല്ല sex male or female socio economic status urban rural അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ അതുപോലെയുള്ള നെയിം കൊടുത്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക അതിന്റെ ബേസിസിലാണ് അനാലിസിസ് നടത്തണമെങ്കിൽ അതിനെയാണ് നോമിനൽ ഡാറ്റ എന്ന് പറയുന്നത് and in otherwise ordinal data ordinal ഡാറ്റയിൽ it's based on ranks ranking പൊസിഷന്റെ ബേസിസിലാണ് means height weight academic achievements ഇതെല്ലാമാണ് ഓർഡിനൽ സ്കെയിൽസ് വരുന്നത് അപ്പോൾ all these are under നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഈ രണ്ട് രീതിയിലുള്ള ടെസ്റ്റുകളാണ് വരുന്നെങ്കിൽ we can use non parametric test these are the examples for nominal scales. Uh, we assign students to categories such as locality, rural, urban, gender, like females and males, etc. And uh, in the measurement based on rank is ordinal measurement. In this scale, objects or individuals are ordered on some continuous series from lowest to highest according to measured characteristics. Maybe include height, weight, or academic achievements, etc. And next topic is data processing and analysis. Analysis. Uh, how to process the data. Uh, ഈ- ഈ- uh, ഇതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് പ്രോസസ്സിംഗ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ and here, once the data is collected, the researcher turns his or her focus of attention to its processing. Um, uh, has, has to make the researcher has to make his or her plan for each and every stage of the research process. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഈ അനാലിസിസിൽ നമ്മൾ ചെയ്യേണ്ടത് നോക്കുന്നതാണ് ഇതിൽ വരുന്നത് data processing refers to means ഇത് പ്യുവർലി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ നമ്മുടെ ഒന്നുകിൽ എസ് പി എസ് എസ് വെച്ചിട്ടോ അല്ലെങ്കിൽ എക്സൽ വെച്ചിട്ടോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് and this data processing refers to certain operation such as editing coding computing of the scores preparation of master charts etc ഇതെല്ലാം അനാലിസിസിൽ വരുന്നതാണ് ഇപ്പൊ ഈവൻ നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫോർമുല വെച്ചിട്ടാണ് അല്ലെങ്കിൽ എന്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വെച്ചിട്ടാണ് ആ ഡാറ്റ ചെയ്യേണ്ടത് ഇപ്പൊ പ്യുവർലി പണ്ടൊക്കെ നമ്മൾ കൈ കൊണ്ടാണ് ഫോർമുല വെച്ചിട്ട് ചെയ്യാറില്ല ഇപ്പൊ പ്യുവർലി എക്സൽ ഷീറ്റിലായാലും എസ് പി എസ് എസിലായാലും ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഈസിലി മീൻസ് ഒറ്റ മിനിറ്റ് കൊണ്ട് അതിന്റെ റിസൾട്ട് വരും അപ്പൊ ഇതിനെല്ലാം editing coding computation of the schools means enter ചെയ്യണം അങ്ങനത്തെ ഒരുപാട് പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം ചെയ്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്യുള്ളൂ editing of the data means interview schedules ആണെങ്കിൽ അതനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ ക്വസ്റ്റൻ ആണെങ്കിൽ അതനുസരിച്ച് എൻട്രി നടത്തണം and coding of data coding of data is very important അതായത് ഇപ്പോൾ റൂറൽ അർബൻ അങ്ങനെ രണ്ട് കാറ്റഗറി ഉണ്ടെങ്കിൽ നമ്മൾ റൂറലിന് വൺ വൺ എന്നും അർബണിന് ടു എന്നും കൊടുക്കുക അങ്ങനെയാണ് കോഡ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം കാരണം വെച്ചാൽ ആ full rural urban rural urban എഴുതി ടൈപ്പ് ചെയ്യല് എളുപ്പമല്ല അപ്പോൾ we can give codes to the data അതാണ് കോഡിങ് ഓഫ് ഡാറ്റ ഇതൊക്കെ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് involves assigning of a number to each response each response of the question. The purpose of giving uh, ഒരു question നാല് സ്റ്റേറ്റ്മെന്റ് uh, ഉണ്ടെങ്കിൽ മീൻസ് നാല് ഓപ്ഷൻ ഉണ്ടെങ്കിൽ വൺ ടു ത്രീ ഫോർ എന്ന് മാത്രമേ നമ്മൾ അത് കൊടുക്കുള്ളൂ അതാണ് അസൈനിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത് it is given to translate raw data into numerical data yes or no എന്നുള്ളതിന് ഒരു ആ ആ റോ ഡാറ്റ ഒരു ന്യൂമറിക്കൽ ഡാറ്റ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കൂടുതലും കോഡിങ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ അനാലിസിസിലൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടതാണിത് next one is preparing a master chart നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ കാണിക്കാം എനിക്കത് ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ളവർ ഒന്ന് നോക്കുക page number ma'am page number page number eleven page number നിങ്ങളുടെ ഹാർഡ് കോപ്പി കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയാലും അജ് അതിൽ പേജ് നമ്പർ ടെന്നില് എനിക്കിവിടെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നില്ല കാരണം അത് പി പി ടിയിൽ ഇൻസേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പേജ് നമ്പർ ടെന്നില് കോഡിംഗ് എങ്ങനെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് കോഡിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ആൻഡ് പേജ് നമ്പർ ട്വൽവില് മാസ്റ്റർ ചാർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും ആഫ്റ്റർ കോഡിംഗ് കഴിഞ്ഞാൽ അടുത്തത് അടുത്ത മീൻസ് ഇതെല്ലാം എക്സലിൽ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ ഇതിപ്പോ കാണാതെ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളല്ല മീൻസ് നമ്മളത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കത് കൂടുതലും മനസ്സിലാവുള്ളൂ After code book is prepared, the data can be transferred either to a master chart or directly to computer through a statistical package. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജിനെയാണ് എസ് പി എസ് എസ് എന്നൊക്കെ പറയുന്നത് ആ ഒരു പാക്കേജ് വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ അതിന്റെ തിയറി ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ അത് ചെയ്തു തുടങ്ങുമ്പോൾ മാത്രമേ നമുക്കത് പിടികിട്ടുള്ളൂ ദറ്റ് ഈസ് പ്രിപ്പയറിംഗ് ഇത്രയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആദ്യത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് and uh, fourth one is analysis of quantitative data. Uh, after coding and preparing master chart, we can move to analysis of data. And the purpose of the analysis is to prepare data as a model where relationship between the variables can be studied. <coughs> analysis maybe includes uh, recategorization recategorization of variables, tabulation, explanation, and casual inferences, all these are included. And first step in a data analysis, a critical examination of processed data in the form of frequency distribution. Mm, idum, uh, statistically, frequency distribution is a, mm, it's a, uh, uh, free, um, it's, a, it's a term associated with the stati. and this and uh, based the, our analysis based on this frequency distribution and the analysis made with a view to draw meaningful and precise inferences and generalization ഇങ്ങനെ അനാലിസിസ് നടത്തി നമുക്കൊരു സ്കോർ കിട്ടിയിട്ടാണ് നമ്മൾ ബാക്കി അതിൻ്റെ കൺക്ലൂഷനിൽ അല്ലെങ്കിൽ ജനറലൈസേഷൻസിലേക്ക് നമ്മൾ റീച്ച് ചെയ്യുന്നത് and here we what is recategorization and it's a it's another techniques with, uh, used with the help of statistics um, and this uh, recategorization helps the ഇതെല്ലാം എസ് പി എസ് എസിൽ അല്ലെങ്കിൽ നമ്മൾ എക്സലിൽ ചെയ്യുന്ന ഒരു മെത്തേഡ്സ് ആണ് helps the researcher to justify the tabulation to make easy അതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ് റീകാറ്റഗറൈസേഷൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം നെക്സ്റ്റ് ആ ചോദിക്കുള്ളൂ ഈ അസൈൻമെന്റില് explain data transformation while using S P S S എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അസൈൻമെന്റ് അതില് നമ്മൾ ചെയ്യുമ്പോ ഈ ഇതിന്റെ പ്രോസസ് എല്ലാം കാണിക്കണോ എനിക്ക് തോന്നുന്നു എസ് പി എസ് എസ് വെച്ച് ഡാറ്റ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ലാസ്റ്റ് മൊഡ്യൂളിലാണ് വരുന്നത് നിങ്ങൾക്ക് അതില് ഇങ്ങനെയാണ് question explain data transformation while using S P S S അത് ലാസ്റ്റ് ഈ ബുക്കിൽ തന്നെ എയ്റ്റീൻത്ത് ലെസണിൽ കമ്പ്യൂട്ടർ ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡ്യൂൾ ഉണ്ട് എയ്റ്റീൻത്ത് ലെസൺ അതിലാണ് അതിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് how to translate from data to S P S S എന്നുള്ളത് അത് നോക്കി എഴുതുന്നത് എഴുതിയാൽ മതി അതിന് എഴുതിയാൽ മതി ഇതിൽ മെയിൻ ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എങ്ങനെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എങ്ങനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ആ ലെസണിലാണ് S P S S complete പറയുന്നത് ഓക്കെ താങ്ക് യു ടാബുലേഷൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ is the process of presenting data in a compact form in such a way uh, so as to facilitate comparisons and show the involved relations. It's arrangement of data in rows and columns. അതാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ it's an arrangement of data in rows and columns അത് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ഡാറ്റ എക്സലിൽ എൻറ്റർ ചെയ്യുന്നത് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അനാലിസിസും റിസൾട്ടും എല്ലാം തെറ്റാൻ വഴിയുണ്ട് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ അനാലിസിസ് കൃത്യമായിട്ട് നടക്കുള്ളൂ and setting up analytical model ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് വലിയൊരു പ്രശ്നമാണ് അതിൽ പിക്ചർ അടക്കം കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ എന്ത് അനാലിസിസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് before begin the analysis of data അതായത് ഡാറ്റ ടാബുലേഷൻ നടത്തി എൻ്റർ ചെയ്തു അതിൽ റീകാറ്റഗറൈസേഷൻ ചെയ്തു ഇനി നമ്മൾ അനാലിസിസ് ചെയ്തു തുടങ്ങുകയാണ് once again the objectives of research അതായത് നമ്മുടെ റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും അനാലിറ്റിക്കൽ മോഡൽസ് അതായത് uh, ഞാൻ പറഞ്ഞു different types of parametric and non parametric test ഉണ്ട് ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തിസിസ് മനസ്സിലാക്കിയാൽ മാത്രമേ uh, കഴിയുള്ളൂ എന്നാണ് പറയുന്നത് ആൻഡ് അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ പേജ് നമ്പർ ഫോർട്ടീനിൽ കൊടുത്തിട്ടുണ്ട് uh, how to diagrammatically represents hypothesis uh, means how to uh, social economic status ആണ് വേരിയബിൾ എങ്കിൽ അത് how to influence life satisfaction of an individual means social support കൂടുതലാണെങ്കിൽ എങ്ങനെയാണ് socio economic status life satisfaction അങ്ങനെ ആ ഒരു മോഡല് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എടുത്ത് കയ്യിൽ വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കും ആ ഒരു മോഡല് നോക്കിയിട്ട് നമുക്ക് ഏത് അനാലിസിസ് ആണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം ഇപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിൽ ഏത് ആ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത് ആൻഡ് മെയിൻലി ചെറിയ അനാലിസിസുകൾ ഏതൊക്കെയാണ് അനാലിസിസുകൾ വരിക എന്നുള്ളതാണ് മീൻസ് ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പിക്ചറിൽ ഒരുപാട് വേരിയബിൾസ് ഉണ്ട് അല്ലെ socio economic status social support high ആവുമ്പോൾ എങ്ങനെയാണ് മീഡിയം ആവുമ്പോൾ എങ്ങനെയാണ് ലോ ആവുമ്പോൾ എങ്ങനെയാണ് ലൈഫ് സാറ്റിസ്ഫാക്ഷന് ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് അപ്പൊ നമ്മൾ അനോവ രീതിയിലുള്ള ANOVA more than one variable വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്സ് ആണ് അനോവ എന്ന് പറയുന്നത് ആ എനോവയിൽ തന്നെ different types of univariate analysis ഉണ്ട് ബൈവേരിയറ്റ് അനാലിസിസ് ഉണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് univariate analysis it refers to tables which give data relating to one variable which which are most commonly frequency distribution table show how frequently an item is repeated അതായത് ഒരു ക്വസ്റ്റിന് നമ്മൾ ഒരു ആൻസർ ചെയ്ത് രണ്ടാമത്തെ ക്വസ്റ്റിന് ഒരു ആൻസർ ചെയ്ത് അങ്ങനെ പത്ത് ക്വസ്റ്റിന് ആൻസർ ചെയ്ത എത്ര പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് സെയിം മറുപടി തന്നെ വരുന്നുണ്ട് അതിന്റെ ബേസിൽ തന്നെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് how how frequently an item is repeated അങ്ങനെ ഒരുപാട് റിപ്പീറ്റ് ആയിട്ട് വരുമ്പോഴെങ്കിൽ can be used this univariate analysis means കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് and second type is bivariate analysis it's also used to understand the relationship between variables എല്ലാ സ്റ്റഡീസും നമ്മൾ ചെയ്യുന്നത് to understand the relationship between to reveal the relationship between two two or more variables ആണ് here to know the relationship between the variables the data pertaining to the variables are cross tabulated അത് എൻട്രി ചെയ്യുന്നതിലും യൂസ് ചെയ്യുന്ന ടെക്നിക്സും is different okay once minute okay ma'am നമ്മൾ എടുക്കുന്ന പുസ്തകേ M C F T L എത്രയാണ് ഒന്ന് കുറച്ച് പുസ്തകം പോസ്റ്റ് വന്നിട്ടുണ്ട് അതിലുണ്ടോ നോക്കാൻ ma'am sorry sorry sorry five ആണ് M C F T zero zero five counselling and family therapy research method and statistics ആ മാം അത് വന്നിട്ടില്ല അല്ലേ അത് വന്ന കൂട്ടത്തിൽ കാണുന്നില്ല സീറോ ഫൈവ് വന്നിട്ടില്ല അത് വന്നിട്ടില്ല അതൊഴിച്ച് ഓക്കെ ഓക്കെ അത് വന്നിട്ടില്ല തന്നെയാണ് ഞാൻ ബാക്കി ഒരുവിധം ബുക്സ് കിട്ടിയെന്നാണ് അത് എത്തിയിട്ടില്ല മീൻസ് ഇത് ടെക്സ്റ്റിലാണ് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ വന്ന പുസ്തകത്തെ പറ്റി ഒന്ന് സംസാരിക്കണം എളുപ്പമാവില്ലേ ഞങ്ങളെ കയ്യിലൊക്കെ ഉള്ള പുസ്തകമാണെങ്കിൽ സോറി <laughs> ഞാൻ എടുക്കുന്നത് റിസർച്ച് ആണ് സബ്ജക്ട് സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് ഓരോന്നും എടുക്കാൻ ഓരോരുത്തരാണല്ലോ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഞാൻ ഡീൽ ചെയ്യുന്ന ആണ് റിസർച്ച് ഓ കാരണം ഇത് ബുക്ക് വന്നിട്ട് നമ്മൾ ക്ലാസ് തുടങ്ങാന്ന് പറഞ്ഞാൽ നടക്കില്ല മീൻസ് അത് എപ്പോഴും എത്താന്ന് അറിയില്ലല്ലോ പെട്ടെന്ന് തന്നെ വരും വിചാരിക്കുന്നു ആ പറയൂ പറയൂ മാം ഈ റിസർച്ചിനെ കുറിച്ച് ഒരു ഞാനിപ്പോ എനിക്ക് തോന്നുന്നത് ഇത് ഫസ്റ്റ് ക്ലാസ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഇന്ന് നേരത്തെ എന്ത് ക്ലാസ് എടുത്തു എന്നുള്ളത് എനിക്കറിയില്ല ആ അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് എന്റെ ഒരു കൺസേൺ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇതിപ്പം നമ്മളിപ്പം റിസർച്ചിന് ഒരു എക്സാം ഇല്ലല്ലോ റിസർച്ച് നമ്മളിപ്പോ അപ്ലൈ ചെയ്ത് ഒരു ഇത് ഇത് ചെയ്ത് എടുക്കുവല്ലേ അനാലിസിസ് ചെയ്ത് എടുക്കുമല്ലേ ഉള്ളൂ അല്ലല്ല തിയറി പേപ്പർ ഉണ്ട് തിയറി പേപ്പർ ഉണ്ടോ ആ ഉണ്ടല്ലോ അങ്ങനെയാണ് എന്റെ അറിവ് അതെ തിയറി പേപ്പർ ഉണ്ടല്ലോ ഓക്കെ അപ്പം ഈ തിയറി പേപ്പർ കഴിഞ്ഞതിന് ശേഷം ആണോ റിസർച്ച് നമ്മൾ ചെയ്യേണ്ടത് അല്ലല്ല ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ റിസർച്ച് ഒരു ടോപ്പിക് കണ്ടുപിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അത്രയും നല്ലതാണ് അവസാനത്തേക്ക് വെച്ച് ഞങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ ഗൈഡും ഇതിന്റെ കാര്യങ്ങളൊക്കെ ആരാണ് ഇപ്പം ചെയ്തു തരുന്നത് ഇപ്പം നമ്മുടെ ഏത് സെന്ററിൽ നിന്നാണ് ഞാൻ ഇവിടെ ആലപ്പുഴ അതായത് സ്റ്റഡി സെന്ററിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഗൈഡിനോട് ഡിസ്കസ് ചെയ്യേണ്ടത് ഞാൻ തിയറി ക്ലാസ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പോ മീൻസ് ഞാൻ ഇവിടെ തൃശ്ശൂരാണ് ഇവിടുത്തെ സ്റ്റഡി സെന്റർ ആണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മാം നമ്മൾ എം സി ടി മലപ്പുറത്തായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത് സ്റ്റഡി സെന്റർ സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ ഇപ്പൊ ആ സെന്റർ ഇല്ലാന്നുള്ള ഒക്കെ കേട്ടത് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വടകരക്ക് വിളിച്ചോ പറഞ്ഞു നിങ്ങള് അടുത്ത സെന്റർക്ക് ഓരോ റിക്വസ്റ്റ് തന്നോളി അങ്ങനെയാണ് കൊച്ചി വഴി ഇപ്പൊ തൃശ്ശൂർ ഇത് കിട്ടിയിരിക്കുന്നത് പക്ഷെ ഇതുവരെ നമുക്ക് ആരോട് കോണ്ടാക്ട് ചെയ്ത നമ്പറോ കാര്യമൊന്നുമില്ല ബൈ ചാൻസ് ആയിട്ടാണ് എനിക്ക് ലിങ്ക് കിട്ടി ഇനി അപ്പോ ഇനി ഒരു എങ്ങനെയാണ് ആരോടാ സംസാരിക്കേണ്ടതെന്നുള്ള ഒരു ഒഫീഷ്യൽ ഒരു ഫോൺ നമ്പർ കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷം തൃശ്ശൂര് വേലൂരാണ് ഫാക്ടറി എന്ന് പറഞ്ഞ സെന്റർ ആണ് എന്റെ സ്റ്റഡി സെന്റർ ഞാൻ അവിടുത്തെ ഫാക്കൾട്ടി ആണ് അവിടെയാണ് ജോയിൻ ചെയ്യാൻ നോക്കുന്നേ അതെ അതെ അതെ മാമിന്റെ നമ്പർ ഒന്ന് പറയോ എന്റെ നമ്പറോ അതെ ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യമില്ല അവിടുത്തെ ഓഫീസിലേക്ക് വിളിച്ചാൽ മതി അവിടുത്തെ ഓഫീസ് നമ്പർ വേണോ മതി മതി മതി ഓക്കെ ഓക്കെ അത് ചാറ്റ് ബോക്സിൽ ഇടാം അവിടുത്തെ ഓഫീസ് നമ്പർ അവിടെ സിന്ധു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഉണ്ട് മാം ഉണ്ട് ഓഫീസിൽ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അവർ പറഞ്ഞുതരാം എന്താ ചെയ്യണം ഓ താങ്ക് യു താങ്ക് യു പറഞ്ഞു വരുന്നത് റിസർച്ച് നമുക്ക് തിയറി ഉണ്ട് അതിന്റെ പ്രാക്ടിക്കും ഉണ്ട് റിസർച്ചിന്റെ പ്രാക്ടിക്കം കമ്പൽസറി ചെയ്യേണ്ട ഒന്നാണ് ബാക്കി എന്തോ മൂന്നെണ്ണോ അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ തിയറി റിസർച്ചിന്റെ പ്രാക്ടിക്കൽ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട ഒന്നാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ക്ലാസ് മിസ്സാവുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാത്തത് അതിന്റെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് മീൻസ് മിനി റിസർച്ച് ആണ് നമുക്ക് ഈ വർഷം ഉള്ളത് മിനി റിസർച്ച് ഉള്ളത് കുറച്ച് സാമ്പിളിന് മാത്രം ഓൺലി തേർട്ടി ആണ് മിനിമം തോന്നുന്നു തേർട്ടി സാമ്പിളിന് മാത്രം എടുത്തിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് അതായത് സെക്കൻഡ് ഇയറിൽ അതിന്റെ ഡെസേർട്ടേഷൻ വർക്ക് വരും അതിന്റെ ഒരു ചെറിയൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് മിനി റിസർച്ച് അതെന്തായാലും ഈ വർഷം ചെയ്യണം രണ്ടും സെക്കൻഡ് ഇയറിലും ഉണ്ടോ ഇതിന്റെ ആ സെക്കൻഡ് ഇയറിലെ ഡെസേർട്ടേഷൻ ആണ് കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ട് ചെയ്യും ഇതന്നെ സെയിം കാര്യം തന്നെ റിസർച്ച് തന്നെ നിങ്ങൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യേണ്ടതാണ് ഡെസേർട്ടേഷൻ മാഡം ലൈക്ക് ടോപ്പിക് എടുക്കുന്നതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടോ ലൈക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടോ എന്ത് ടോപ്പിക്കും എടുക്കാമോ അതോ it is considered towards the family therapy ഉള്ള അങ്ങനെ എന്തെങ്കിലും ടോപ്പിക് എടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഇല്ല ഇല്ല is related to psychological means means family means വേറൊരു ഇതിലേക്ക് പോവാതെ സൈക്കോളജിയിൽ തന്നെ നിൽക്കാനായിട്ട് നോക്കുക മാം നമ്മളിപ്പോ ഈ മിനി റിസർച്ചിന് വേണ്ടി എടുക്കുന്ന ടൈപ്പ് ടോപ്പിക് അത് തന്നെ ആയിരിക്കും ഡിസർട്ടേഷനും എടുക്കാം അല്ലല്ല അല്ല അത് വേറെ ഇതിന്റെ എക്സ്റ്റൻഷൻ പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ വേറെ ടോപ്പിക് എടുക്കേണ്ടി വരും ഓക്കെ സെയിം എടുക്കാൻ പറ്റില്ല അല്ലേ അപ്പൊ മാഡം ഇപ്പം ഈ ഈ വർഷം ഈ മിനി റിസർച്ചിന്റെ വാലിഡിറ്റി ഒക്കെ ഈ ഇതുപോലൊക്കെ തന്നെയാണോ ഫൈവ് പീപ്പിൾ വാലിഡേഷൻ ഒക്കെ വേണം അതൊക്കെ അത് സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണോ ഇത് ഇത് മിനി റിസർച്ച് ചെയ്യുന്നത് അതെ അതെ സെയിം പ്രൊസീജിയർ തന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് ക്വസ്റ്റിനെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മിനി റിസർച്ചും ചെയ്യുന്നത് നിങ്ങൾക്ക് അതായത് മിനി റിസർച്ചിൽ ഓൺലി എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പേജസ് ഉള്ള റിസർച്ച് ആണ് നിങ്ങൾക്ക് വേണ്ടോ ഡെസർട്ടേഷൻ ആവുമ്പോൾ അത് കൂടും അതാണ് പറഞ്ഞത് മാഡം ഒരു തുടങ്ങേണ്ട സമയം ഒരുപാട് നമ്മുടെ അത് കഴിഞ്ഞു പോയി ഇപ്പം അപ്പൊ ഞാനതുകൊണ്ട് ചോദിക്കുന്നത് ഇപ്പം ഈ ജൂണിൽ തന്നെ ഇതൊക്കെ തന്നെ തീരുമോ എന്താണ് ഇതിന്റെ ഒരു മുൻപോട്ടുള്ള കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഓൾറെഡി എനിക്ക് തോന്നുന്നു മീൻസ് അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റഡി സെന്റർ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാനൊരു ഫാക്കൾട്ടി മാത്രമാണ് അവിടുത്തെ മീൻസ് നമുക്ക് സൈക്കോളജിക്ക് അഞ്ച് തിയറി ക്ലാസ് ആണ് ഉള്ളത് അത് നമുക്കറിയാം അഞ്ച് തിയറി ക്ലാസ്സിൽ ഇപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞു ഇന്നത്തെ മൂന്നാമത്തെയാണ് ഇനി രണ്ട് ക്ലാസ് കൂടി ഉള്ളൂ ഈ അഞ്ച് ക്ലാസ്സിനുള്ളിൽ നമുക്ക് നാല് ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ റിസർച്ചിന്റെ എങ്ങനെ റിസർച്ച് ചെയ്യണം മീൻസ് ടോപ്പിക്കൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തു അത് ഡിസ്കസ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനുശേഷമുള്ള പ്രാക്ടിക്കൽ സെഷൻസ് അതിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഒന്നും നമുക്ക് അറിവ് കിട്ടിയിട്ടില്ല എന്ന് തുടങ്ങും എങ്ങനെ തുടങ്ങും എന്നുള്ളത് കാരണം വെച്ചാൽ ഇതിപ്പോ ഒരുപാട് പേരുണ്ടല്ലോ എല്ലാവരും ഒരുമിച്ച് ഇപ്പൊ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ മേ ബി എനിക്ക് എന്റെ സ്റ്റഡി സെന്ററിലുള്ളവരുടെ അടുത്ത് മാത്രമായിരിക്കും അവരുടെ റിസർച്ച് ആയിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ഓരോരുത്തരും അവരവരുടെ സ്റ്റഡി സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് അന്വേഷിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അത്രയാണ് എന്റെ അറിവ് ഓക്കെ താങ്ക് യു നമ്മളിങ്ങനെ ഡൗട്ട് ചോദിച്ചിരുന്ന നമ്മുടെ ക്ലാസ് മീൻസ് ഇതിലിപ്പോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഉണ്ടായിരിക്കുക ഏത് ടെസ്റ്റ് ആണ് എന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് എന്റെ മിനി റിസർച്ചിന് ചെയ്യേണ്ടത് എസ് പി എസ് എസ് അറിഞ്ഞിരുന്നാൽ ഒന്നുകൂടി നല്ലതാണ് സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾ എല്ലാവരും അപ്പൊ അതിനെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ ഇതില് ഞാന് കാരണം കൂടുതല് ഇത് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ആയിട്ട് ചെയ്യാൻ ആണ് ഇൻഡിവിജ്വൽ ആണ് ഗ്രൂപ്പ് ആയിട്ട് പറ്റില്ല ഇൻഡിവിജ്വൽ ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ നമുക്ക് ഒരു മൊഡ്യൂൾ പോലും നമ്മുടെ കഴിഞ്ഞിട്ടില്ല ടു ഫിഫ്റ്റി ആയി bivariate as uh, bivariate analysis, univariate analysis, bivariate analysis, trivariate analysis. അതായത് നമ്മുടെ വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അനാലിസിസും മാറിക്കൊണ്ടിരിക്കും ബൈവാരിയേറ്റ് ബൈവാരിയേറ്റ് അനാലിസിസ് ട്രൈവാരിയേറ്റ് അനാലിസിസ് എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നതാണ് പറയുന്നത് ആൻഡ് മൾട്ടിവേരിയേറ്റ് അനാലിസിസ് ഒരുപാട് ഞാൻ പറഞ്ഞില്ല ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാവണില്ലേ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് റിസർച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗൈഡുമായിട്ട് ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ടെക്നിക്സ് ആണ് എന്ത് മെത്തേഡാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായിക്കോളും ഇത് മൾട്ടിവേരിയൽ അനാലിസിസ് അപ്പോൾ ഇതുപോലെ മൂന്ന് തരത്തിലുള്ള അനാലിസിസ് ആണ് വേരിയബിൾസ് കൂടുമ്പോൾ univariate analysis bivariate analysis trivariate analysis and multivariate analysis ഇത്രയാണ് ഇനി ഹൗ ടു ഇനി ഈ അനാലിസിസ് മാത്രമല്ല ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റേനെ കൂടുതലും ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഗ്രാഫ് വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് അനാലിസിസ് നടത്താം mainly four types of graphs are used in analysis histogram frequency polygon അതായത് ഡാറ്റേനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാഫ്സ് യൂസ് ചെയ്യും പക്ഷെ ഇത് അധികം നമ്മുടെ മീൻസ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ മാത്രം വെച്ചിട്ട് ഒരു അനാലിസിസ് സൈക്കോളജിയിൽ ചെയ്യാറില്ല മറ്റേതിന്റെ ഒപ്പം തന്നെ ഗ്രാഫിക് ഗ്രാഫും വെക്കുന്നുള്ളൂ histogram frequency and cumulative frequency curve cumulative percentage curve ഇതെല്ലാം അതിൻ്റെ ഒരു പിക്ചർ അടക്കം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ എയ്റ്റീൻ ടു കൊടുത്തിട്ടുണ്ട് ഹിസ്റ്റോഗ്രാം എന്താണ് അതിൽ ഒരു ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഡാറ്റ അത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങളത് നോട്ട് ചെയ്യേണ്ടതാണ് so these are the main four graphical representation of quantitative data കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് നേരമില്ല ജസ്റ്റ് നിങ്ങളത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി ആൻഡ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇനി എന്താണ് what is descriptive already descriptive statistics are used to describe the population describe the characteristics of population These are uh, this uh, mainly in quantitative data, uh, descriptive statistic analysis can be used. Both inferentialum, uh, descriptive use ചെയ്യും പക്ഷെ കൂടുതലും ഡിസ്ക്രിപ്റ്റീവ് uh, ആണ് യൂസ് ചെയ്യാന്നാണ് പറയുന്നത് ഡാറ്റേനെ uh, ബേസ് ചെയ്തിട്ടാണ് ഏതാണ് വേണ്ടത് ഇപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് അതായത് mainly there are four types of tests are used in descriptive statistics for quantitative data. Central tendency, central tendency, variability of dispersion, relative position, and relationship. means measures of central tendency നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മീൻ മീഡിയൻ മോഡ് അതാണ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്ന measures of central tendency descriptive സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്ന statistical techniques for analysing our data mean median mode അത് അതിന്റെ ഓരോ ഇത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഓരോ പ്രോബ്ലംസ് പല different types of problems and the formulas for finding mean of the population median of the population mode just mean എന്താണ് it's a mean means average കാണലാണ് മീഡിയൻ എന്ന് നമുക്കറിയാം and median is arrangement of observation അതിന്റെ നടുക്ക് വരുന്നതിനെയാണ് മീഡിയൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത് മോഡ് ഫ്രീക്വന്റ്ലി റിപ്പീറ്റ് ചെയ്ത് വരുന്ന സംഭവത്തിനെയാണ് മോഡ് എന്ന് പറയാ അപ്പൊ ഇതെല്ലാം സെൻട്രൽ ടെൻഡൻസി മെഷർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യും ഞാൻ പറഞ്ഞു ഇതെല്ലാം നമുക്ക് എസ് പി എസ് എസോ എക്സലോ വെച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇപ്പൊ നിങ്ങൾ ബൈ ഹാൻഡ് ചെയ്യുന്ന ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫോർമുലാസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഏത് അനാലിസിസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അത് നോക്കിയെടുത്തിട്ട് ആ ആ ഫോർമുല വെച്ചിട്ട് ചെയ്യാം ബൈ ഹാൻഡ് ചെയ്യാം അല്ലെങ്കിൽ മീൻസ് കമ്പ്യൂട്ടർ വഴിയിട്ട് അനാലിസിസ് നടത്താം in second type of parametric means descriptive statistics is measures of variability or measures of dispersion എന്നാണ് പറയാ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇതിൽ വന്നിട്ടുണ്ട് ഞാൻ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ മെയിൻസ് മെയിനില് സെൻട്രൽ ടെൻഡൻസി പറഞ്ഞു മെയിൻ മീഡിയൻ മോഡ് അതേപോലെ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷനില് range average deviation and standard deviation ഈ മൂന്ന് ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത് range and average division deviation standard deviation and next another concept ആണ് നോർമൽ പ്രോബബിലിറ്റി കർവ് പ്രോബബിലിറ്റി എന്താണ് നമ്മൾ സാമ്പിളിംഗ് ടെക്നിക്സ് പറഞ്ഞപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു means normal probability is like a bell shaped curve parametric test ആണെങ്കിൽ ടെസ്റ്റ് uh, ആകണമെങ്കിൽ uh, uh, കിട്ടുന്ന ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് എന്താണ് നോർമൽ പ്രോബബിലിറ്റി ഓർ കർവ് എന്ന് പറയുന്നത് it is based upon the law of probability or probable occurrence of certain occurrence events അല്ലെ ഒരു സം ഒരു കാര്യം നടക്കാൻ എത്രത്തോളം ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഫ്രീക്വൻസി കർവ് നമ്മൾ വരയ്ക്കുന്നത് it is express dash F F എന്ന രീതിയിലാണ് ഇത് റെപ്രസെന്റ് ചെയ്യുക and this are next last one is measures of relative positions It includes stigma, sigma score, T score, percentile rank. അപ്പൊ ഇത്രയും ഈ മൂന്ന് കാര്യങ്ങളാണ് കൂടുതലായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് measures of central tendency measures of dispersion measures of uh, normal measures of relative position. And last one is measures of rela relationship. And here this correlation, this relationship is known as correlation. Correlation means the relationship between two variables രണ്ട് വേരിയബിൾ തമ്മിൽ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ രണ്ട് വേരിയബിൾ എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു അതിന്റെ ഹൈപ്പോത്തിസിസ് ഒക്കെ എഴുതുമ്പോൾ to find out the relationship between psychological distress and self esteem അങ്ങനെ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നുണ്ടോ uh, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചാണ് കൂടുന്നത് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് റിലേഷൻഷിപ്പ് സ്റ്റഡീസ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേം ആണ് R measures of relationship is represented by the term R test ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും മെയിൻലി യൂസ് ചെയ്യുന്ന കോറിലേഷൻ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് മെഷേഴ്സ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് these are the two correlation techniques use to for find out the correlation product moment correlation and rank order correlation are the two correlation methods use to for analysis to find out the relationship between variables അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത് എന്തൊക്കെയാണ് നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് എന്താണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് population descriptive statistics quantitative data descriptive ആണെങ്കിൽ അതിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റസ് ആണ് യൂസ് ചെയ്യേണ്ടതാണ് and in next chapter analysis of quantitative data based on inferential statistics inferential statistics ആണെങ്കിൽ എങ്ങനെയാണ് അനാലിസിസ് നടത്തുന്നത് പാരാമെട്രിക് ടെസ്റ്റിന് ബേസ് ചെയ്തിട്ടാണ് കൂടുതലും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് വരിക അതായത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ അതായത് ഒരു പോപ്പുലേഷനെ ഇൻഫർ ചെയ്യാനാണ് yes correlation okay correlation is used to find out the relationship between variables means there is must be maybe positive correlation, negative correlation, no correlation. നമ്മുടെ റിസർച്ചിൽ രണ്ട് വേരിയബിൾ എടുക്കുമ്പോൾ രണ്ടും തമ്മിൽ കോറിലേറ്റഡ് ആണോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ mental health and self esteem എടുക്കുകയാണെങ്കിൽ മെന്റൽ ഹെൽത്ത് കൂടുമ്പോൾ സെൽഫ് എസ്റ്റീം കുറയാണോ അല്ലെങ്കിൽ രണ്ടും മെന്റൽ ഹെൽത്ത് കൂടുമ്പോൾ സെൽഫ് എസ്റ്റീം കൂടുന്നുണ്ടോ അല്ലെങ്കിൽ നേരെ വൈസ് വേഴ്സി ആണോ എന്നുള്ള റിലേഷൻഷിപ്പ് ഒരു ഇൻഡിവിജ്വലിന്റെ ഈ രണ്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് measures of means correlation methods use ചെയ്യുന്നത് ക്ലിയർ ആണോ കൂടുതലും നമ്മുടെ നമ്മുടെ എന്താണ് മെത്തേഡ്സ് അപ്ലൈ ചെയ്യുന്ന രണ്ട് മെത്തേഡ് പറഞ്ഞല്ലോ അതിലെ ആ ഇത് മീൻസ് ഈ പറഞ്ഞ പോലെ എസ് നമ്മൾ ചെയ്യുന്ന രണ്ട് മെത്തേഡാണ് പ്രൊഡക്റ്റ് മൂവ്മെന്റ് കോറിലേഷനും റാങ്ക് ഓർഡർ കോറിലേഷനും പറഞ്ഞല്ലോ നമ്മളത് എസ് പി എസ് എസിൽ ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ അതിന്റെ ഫോർമുല വെച്ചിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് നിങ്ങളത് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് അങ്ങനെ ഓരോന്നും അങ്ങനെ എടുത്ത് പറയൽ എളുപ്പമല്ല നമ്മൾ അല്ലെങ്കിൽ നമ്മളത് ചെയ്തു തുടങ്ങുമ്പോൾ നമുക്കതൊന്നുകൂടി ക്ലിയർ ആയിരിക്കും ഇത് രണ്ടാണ് യൂസ് ചെയ്യാന്ന് അറിഞ്ഞിരുന്നാൽ മതി കോറിലേ അറിഞ്ഞിരുന്നാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുമ്പോൾ മീൻസ് കൂടുതലും പ്രൊഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ ആണ് നമ്മുടെ സ്റ്റഡീസിനൊക്കെ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരിക ഈ ടെസ്റ്റും ഈ കോറിലേഷനും മാത്രമാണ് കൂടുതലായിട്ടും നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ഡെസേർട്ടേഷൻ ഒക്കെ ചെയ്യുമ്പോൾ വേരിയബിൾസ് കൂടുകയാണെങ്കിലാണ് അനോവ പോലെയുള്ള ടെസ്റ്റിലേക്ക് പോലെ അല്ലെങ്കിൽ ബേസിക്കലി ടി ടെസ്റ്റും കോറിലേഷനും മാത്രം മതി നമുക്ക് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് എല്ലാം പഠിക്കുമ്പോ എല്ലാം പഠിച്ചു വെക്കുന്നു എന്ന് മാത്രം ഇനി ഇതില് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിൽ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്താണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് and what is inferential statistics means just ഒന്ന് വായിച്ചു പോവാം it enables researcher to make generalisation about a population characteristics parameter from a probability sample it may be not അതായത് വാല്യൂസ് ഓഫ് പാരാ ഒരു മീൻസ് ഒരു പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുക വാട്ട് ഈസ് പാരാമെട്രിക് ടെസ്റ്റ് ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞതാണ് what is parametric test parametric test namely test F test ഒക്കെയാണ് പാരാമെട്രിക് ടെസ്റ്റിൽ വരുന്നത് parametric test statistical influence based on parametric test regarding means of large sample small sample ആണെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അത് പാരാമെട്രിക് ടെസ്റ്റിൽ ആണെങ്കിൽ നമ്മുടെ ടെസ്റ്റ് പാരാമെട്രിക് ടെസ്റ്റ് ആണെങ്കിൽ large sample page number fifty ഫോറിൽ കിടക്കുന്നുണ്ട് statistical inference regarding means of large sample sample size കൂടുമ്പോൾ യൂസ് ചെയ്യേണ്ട ടെസ്റ്റും സാമ്പിൾ സൈസ് കുറവാണെങ്കിൽ യൂസ് ചെയ്യേണ്ട ടെസ്റ്റും രണ്ടും ഡിഫറെൻ്റ് ആണ് അതിന്റെ ഫോർമുല ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒക്കെ means refer from your text book കൂടുതൽ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കൊന്നുമില്ല പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ പാരാമെട്രിക് ടെസ്റ്റ് എന്താണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക എന്നിട്ട് ഇത് വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും അതിന്റെ ഓരോന്നും ഡിഫറെന്റ് ആണ് മീൻസ് ഡിഫറെ മീൻസ് എന്താണ് മീൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞ മീൻസ് ഡിഫറെന്റ് ആണെങ്കിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സുകൾ മീൻസ് എന്തൊക്കെയാണെന്നും കൊടുത്തിട്ടുണ്ട് significance of difference between means of two independent ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു what is independent variable and what is dependent variable ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഒന്നിൽ കൂടുതലാവാം അല്ലെങ്കിൽ ഡിപെൻഡന്റ് വേരിയബിൾ എപ്പോഴും മേ ബി ഇൻഡിപെൻഡന്റ് വേരിയബിളും more than two or three ആയിട്ട് വരാം അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഡിഫറെന്റ് അതെല്ലാം ഇതിനെ കുറിച്ച് മാത്രമേ സെക്കൻഡ് മൊഡ്യൂളിൽ പറയുന്നുള്ളൂ means two independent large sample and small sample ആണെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റസ് ആണ് അല്ലെങ്കിൽ അതിന്റെ ഓരോ അസംഷൻസ് എന്താണ് ഓരോന്ന് മീറ്റ് ചെയ്യണമെങ്കിൽ അസംഷൻസ് എന്താണെന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ടും പറയുന്നത് ആൻഡ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാണ് അല്ലെങ്കിൽ നമ്മുടെ തീരില്ല ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഡിസ്കഷൻ ഒക്കെ വെക്കുമ്പോൾ സമയത്തിരി പോവും and fifth unit fifth fifteen analysis of quantitative rush based upon inferential statistics based on non-parametrical test. നേരത്തെ പറഞ്ഞത് എന്താണ് പാരാമെട്രിക് ടെസ്റ്റിന് ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ് in this chapter include non parametric test എന്താന്ന് പറഞ്ഞു there is also certain assumptions for this non parametric test ആകണമെങ്കിൽ data is not normally distributed ആവണമെന്നില്ല അല്ലെ അങ്ങനെയുള്ളപ്പോഴാണ് സ്ക്യൂഡ് ആയിട്ട് ഡാറ്റാസ് സ്ക്യൂഡ് ആയിട്ട് കിടക്കുകയാണെങ്കിലാണ് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് നോൺ പാരാമെട്രിക് അൺറിലേറ്റഡ് സാമ്പിൾസ് ഇത് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ടെസ്റ്റുകളാണ് ഇപ്പോൾ ഇപ്പൊ മിനി റിസർച്ചിലൊന്നും ഇതിന്റെ ആവശ്യം വരില്ല chi square test median test and Mann Whitney U test this are the three important non parametric test non parametric test ആണ് chi square test median test and Mann Whitney U test and statistically related samples various tests you will draw inferences in case of related samples means ഇതെല്ലാം സാമ്പിളിന്റെ ഡിഫറൻസ് അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ് sign test Wilcoxon test matched pair signed rank test only ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നമുക്ക് ഇതിന്റെ ഒരു ഒരുപാട് യൂസ് വരുന്നില്ല പക്ഷെ നമ്മൾ റിസർച്ച് പഠിക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് sign test Wilcoxon test matched pair sign rank test only and this are another test used for non parametric test അതിന്റെ പോപ്പുലേഷന്റെ അനുസരിച്ച് ആ ഇൻഫറൻസ് നടക്കുന്നതിനനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും ടെസ്റ്റുകൾ significance of Spearman rho correlation test significance of five correlation coefficient significance of conditions contingency coefficient ഇതെല്ലാം കോറിലേഷൻ ടെസ്റ്റുകളാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണെങ്കിൽ എടുക്കുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന കോറിലേഷൻ നമ്മൾ നേരത്തെ കോറിലേഷൻ ടെസ്റ്റുകൾ പ്രൊഡക്റ്റ് കോറിലേഷൻ റാങ്ക് കോറിലേഷൻ പറഞ്ഞു അതുപോലെ തന്നെ ഡാറ്റ നോൺ പാരാമെട്രിക് ആണെങ്കിൽ യൂസ് ചെയ്യുന്ന കോറിലേഷൻ ടെസ്റ്റുകളാണ് ഈ മൂന്നെണ്ണം മാം നേരത്തെ കോറിലേഷൻ പറഞ്ഞെടുത്ത് ആറാണ് സിമ്പിൾ കൊടുത്തിരുന്നത് പി ആണല്ലോ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു മീൻസ് ഇത് സ്പിയർമാൻസ് റോം കോറിലേഷൻ കോഫിഷ്യന്റ് പിയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് എസെൻഷ്യൽ അങ്ങനെയാണ് also used to rho correlation കാണിക്കാനാണ് പി ആയിരിക്കും അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ് കോറിലേഷൻസ് മീൻസ് കൂടുതൽ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി റെഫർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഇവിടെ പി കാണിച്ചിരിക്കുന്നത് It's using R, Jokes. not email. അതെ ആർ തന്നെയാണ് കോമൺലി നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പൊ ടെസ്റ്റ് റോ എന്നുള്ളതിന്റെ സിമ്പിളാണ് ആ ലെറ്റർ പി അല്ല അത് ആക്ച്വലി അതിനെന്തോ വേറെന്തോ അതിനെ കോൾ ചെയ്യുന്നതിന് റോ എന്നാന്ന് തോന്നുന്നു റോ എന്നാണ് പറയാ റോന്റെ സിമ്പിൾ ആണത് പി അതെ അതെ അങ്ങനെ തന്നെ ആയിരിക്കണം റോന്റെ സിമ്പിൾ ആണ് മീൻസ് ഈ ഫോമിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നുണ്ടാവുക നമ്മൾ അതിനെ പ്രൊണൗൺസ് ചെയ്യാൻ വേണ്ടിട്ട് റോ എന്ന് യൂസ് ചെയ്യും ആൻഡ് ഡാറ്റേനെ കുറിച്ചിട്ടാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഇനി this qualitative data is entirely different from qualitative quantitative analysis means ഇതിൽ നമ്മൾ പറഞ്ഞു ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവൻസ് പീപ്പിൾ അവരെല്ലാം ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിൽ വരുന്നത് അപ്പൊ it is very different from quantitative analysis ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് കുറവാണ് മീൻസ് ന്യൂമറൽസ് ബേസ് ചെയ്തിട്ടല്ലല്ലോ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് വരുന്നത് mainly there are three types of strategies are used for qualitative data analysis ongoing analysis versus important ongoing analysis versus analysis at the end. Mm. In ongoing analysis phase, the analyst, analyst formally reflect about the data, ask analytic questions and write analytic notes throughout the study. കൂടുതലായിട്ട് നമ്മൾ ഒബ്സർവേഷൻ ആണ് അല്ലെങ്കിൽ ഇന്റർവ്യൂ മെത്തേഡ് വെച്ചിട്ടാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ചെയ്യുക എന്ന് പറഞ്ഞു അപ്പൊ ഇതിൽ കൂടുതലും അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ബേസിൽ അനാലിസിസ് ചെയ്ത് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യാണ് ചെയ്യുന്നത് analysis versus those who analyze at the end wait until all of data is gathered and then begin the task of asking analytic questions ഇതെല്ലാം മീൻസ് ഓരോരുത്തരുടെ സ്കിൽ അനുസരിച്ചിരിക്കും നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റയിൽ അനാലിസിസ് നടത്തുന്നത് structured and on open-ended questions. Mm, means there is an uh, conceptual idea about the interview uh, that is uh, structured and open-ended. The here the um, client have free to talk what they want. That is open-ended analysis. Mm, the analysis related to qualitative genre. Uh, so shaped by genre framing your study. Ethnographic studies are mainly Uh, for this study. Case <coughs> studies എല്ലാം uh, ഇതിൽ വരുന്നതാണ് ഇത് അറിഞ്ഞിരുന്നാൽ മതി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ പോകുന്നില്ല ഞാൻ and what are the components of qualitative data analysis ഇതിൽ കൂടുതലും അതായത് നമ്മൾ ഇന്റർവ്യൂ നടത്തിയിട്ടാണ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ നടത്തിയിട്ടാണെന്നാണ് പറഞ്ഞു അപ്പൊ ഒരുപാട് ഡാറ്റ നമുക്ക് കയ്യിൽ കിട്ടും ഇതിനെ മിനിമൈസ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ അതിന്റെ അനാലിസിസ് നടക്കുകയുള്ളൂ അപ്പോ മീൻസ് ക്വാളിറ്റേറ്റീവ് ഡാറ്റയിൽ ഡാറ്റ അനാലിസിസിൽ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല കൂടുതലും എൻ്റെ research is based on quantitative ഡാറ്റയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഞാൻ ചെയ്യല് കുറവാണ് മീൻസ് ഇതിന്റെ തിയറട്ടിക്കൽ നോളജ് മാത്രമേ എനിക്കുള്ളൂ എങ്കിലും പറയാണ് ഡാറ്റ ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഈസ് ആക്ച്വലി അത് നമുക്ക് ചെയ്യാൻ അറിയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ക്വാണ്ടിറ്റേറ്റീവിനേക്കാളും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അനാലിസിസ് ആണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ഇതിൽ നമുക്ക് ഇൻഫർമേഷൻ ഒരുപാട് കിട്ടിയിട്ട് ആ ആ ഡാറ്റനെ എങ്ങനെ മിനിമൈസ് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ കൺക്ലൂഡ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് എഴുതുന്നു എന്നുള്ള ബേസിസിലാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഇരിക്കുന്നത് അതൊരു മീൻസ് ഐ തിങ്ക് ഇറ്റ്സ് ഒരു സ്കില്ലാണ് ഒരു ചെയ്യുന്ന ആൾക്കാരുടെ കഴിവിനെ ബേസ് ചെയ്തിട്ടിരിക്കും ആ പ്രൊസീജിയേഴ്സ് ഓരോന്നും കൃത്യമായിട്ട് പാസ് ചെയ്തു പോയാൽ മാത്രമേ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അത്ര മീൻസ് ചെറിയൊരു മൊഡ്യൂളാണ് ഇത് അത്രയുള്ളൂ അതിൽ കൂടുതലും ഇനി എന്തൊക്കെ മേ ബി ഞാൻ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ക്വാളിറ്റേറ്റീവ് ഇതിൽ കുറവാണ് എങ്കിലും എന്തൊക്കെ ഡാറ്റ അനാലിസിസ് ടെക്നിക്സ് ആണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ഇതിലുണ്ട് നേരത്തെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിൽ പറഞ്ഞ പോലെ കോഡിഫിക്കേഷൻ ഉണ്ട് means analytical thinking representation of analytical thinking codes are tags or labels for assigning means ഇതിനും ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് കോഡിംഗ് നടത്തേണ്ടത് ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ എങ്ങനെയാണ് കോഡിംഗ് ചെയ്യേണ്ടത് എന്നുള്ളൊരു റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ വേണമെങ്കിൽ നിങ്ങൾക്കത് നോക്കാം മീൻസ് നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആൾ പറയുന്ന എല്ലാം നമുക്ക് ഒരുമിച്ച് എഴുതിയെടുക്കാൻ പറ്റില്ല അപ്പൊ അതിന് ചെറിയ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിന്റെ അബ്രിയേറ്റ് ഫോം ഒക്കെ ആയിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുന്നത് അതായത് codification And these are the different types of codes, descriptive codes, pattern codes, to codes. ഇതെല്ലാം കോഡിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആൻഡ് ആൻഡ് പറഞ്ഞ് categorisation and classification it is is patterns in the data means recurring ideas themes അവർ പറയുന്ന കാര്യങ്ങൾ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടോ uh, ഇതെല്ലാം നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം മീൻസ് ഒരു ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ അതിൽ തന്നെ പല കാറ്റഗറി ആയിട്ട് തിരിച്ച് അല്ലെങ്കിൽ ചെയ്തിട്ട് വേണം അതിന്റെ അനാലിസിസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ലൈക്ക് uh, അതുപോലെ തന്നെയാണ് ക്ലാസിഫിക്കേഷനും it's a way of knowing we have to cognisant of the attributes of thing to able to group the ഇങ്ങനെ ക്ലാസി ഇന്ന കാറ്റഗറിയിലാണ് ഇന്ന കാര്യങ്ങൾ വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ടും ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് നടത്തുന്ന ആൾക്ക് കഴിയണമെന്നാണ് പറയുന്നത് content analysis is another important method used in കൂടുതലും ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കണ്ടന്റ് അനാലിസിസ് നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു content analysis and it is a documentary data ഈ പറഞ്ഞ പോലെ നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഇതെല്ലാം നോക്കിയിട്ട് വരെ നമുക്ക് കണ്ടന്റ് അനാലിസിസ് നടത്താന്ന് പറയുന്നത് ആ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ നമുക്ക് ആയിട്ട് ചിലപ്പോൾ കിട്ടാൻ വഴിയുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് means people's speech case histories field notes diary biographies observation record ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സിനെ ബേസ് ചെയ്തിട്ട് കണ്ടന്റ് അനാലിസിസ് ചെയ്യുന്നത് ഓൾറെഡി ഉള്ള ഒരു റെക്കോർഡിനെ നോക്കിയിട്ടാണ് നമ്മൾ കണ്ടന്റ് അനാലിസിസ് എപ്പോഴും ചെയ്യുന്നത് means these are the techniques used content analysis analysis summarizing content analysis explicative content analysis structuring content analysis അത്രയാണ് and triangulation means another methods means ക്വാളിറ്റേറ്റീവില് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടെക്നിക്സ് ആണ് use of two or more methods of data collection in the study of some aspects of means ട്രയാങ്കുലേഷനിൽ ഒരു മെത്തേഡ് മാത്രം വെച്ചിട്ടല്ല ചിലപ്പോൾ കണ്ടന്റ് അനാലിസിസ് ചെയ്യാം അല്ലെങ്കിൽ കാറ്റഗറൈസേഷൻ ചെയ്യാം അല്ലെങ്കിൽ കോഡിഫിക്കേഷൻ ചെയ്യാം എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം two or more methods use ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുമ്പോഴാണ് അതിന് ട്രാവുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് mainly there are four types of triangulation data triangulation investigator triangulation theory triangulation methodological triangulation ഇനി ലാസ്റ്റ് മൊഡ്യൂളാണ് മീൻസ് കമ്പ്യൂട്ടർ ഡാറ്റ അനാലിസിസ് ഇതിൽ ഞാൻ കൂടുതലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം എനിക്കിപ്പോ നിങ്ങളെ ഇതിൽ മീൻസ് എന്റെ സിസ്റ്റത്തിൽ എസ് പി എസ് എസ് ഉണ്ട് എനിക്കത് കാണിച്ചു തരാനുള്ള മീൻസ് ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്കത് ഇതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല അത് വേറൊരു പ്രോബ്ലം അതായത് നമ്മൾ എന്ത് ഡാറ്റ മീൻസ് ലാസ്റ്റ് മൊഡ്യൂള് നിങ്ങൾ സ്വന്തമായിട്ട് ഇന്ന് വായിച്ചാൽ മതി കാരണം അത് നമ്മൾ പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നതല്ല ഒരു എസ് പി എസ് എത്തിൽ മീൻസ് ഇപ്പൊ നിങ്ങൾക്ക് എസ് പി എസ് എസ് നിങ്ങളുടെ ഡാറ്റ അനാലിസിസിൽ എസ് പി എസ് എസ് ചെയ്യാൻ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഈവൻ ഇപ്പൊ ഞാൻ പറഞ്ഞു മിനി റിസർച്ച് ആണെങ്കിൽ നമുക്ക് എസ് പി എസ് എസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് കൈകൊണ്ട് തന്നെ കാരണം ആകെ മുപ്പത് ഡാറ്റ ഉള്ളു ഫോർമുല വെച്ചിട്ട് നമുക്ക് മീൻസ് എക്സെല് ചെയ്യാൻ വേണമെങ്കിൽ കൈകൊണ്ട് ചെയ്യാം പക്ഷെ ഡെസേർട്ടേഷൻ ഒക്കെ വരുമ്പോൾ സെക്കൻഡ് ഇയറിലെ ഡെസേർട്ടേഷൻ വർക്കൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും മീൻസ് സാധാരണ നിങ്ങൾക്ക് എസ് പി എസ് എസ് ചെയ്യാൻ അറിയെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ കാരണം എക്സ് എസ് പി എസ് എസിൽ കുറച്ച് എക്സ്പേർട്ട് ആയാൽ മാത്രമേ നമുക്ക് അത് S P S S apply ചെയ്തിട്ട് ഡാറ്റ അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഫോർത്ത് മൊഡ്യൂള് ഇതാണ് എസ് പി എസ് എസ് അതിനെക്കുറിച്ച് ഇപ്പൊ അതില് എങ്ങനെയാണ് എസ് പി എസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു തിയറിറ്റിക്കൽ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു പാക്കേജ് ആണ് പാക്കേജാണ് നമുക്കത് ബൈ ചെയ്യാവുന്നതാണ് ഈ എസ് പി എസ് എസ് എന്ന് പറയുന്നത് എന്തിനാ S P S S use ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം മീൻസ് യൂസ് അനാലിസിസ് അല്ലെങ്കിൽ മേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യാനാണ് നമുക്ക് കൂടുതലും S P S S use ചെയ്യുന്നത് മീൻസ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ ആണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യേണ്ട ഒന്നാണ് E e S P S S ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലും നമുക്ക് വെറുതെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ട് കാര്യമില്ല നിങ്ങൾ വായിച്ചു നോക്കുക ലാസ്റ്റ് മൊഡ്യൂള് ഈവൻ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കൂട്ടത്തിന് തന്നെ എസ് പി എസ് എസ് ചെയ്യാൻ അറിയുന്നവരുണ്ടായിരിക്കാം അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇനി നമുക്ക് കാരണം വെച്ചാൽ എല്ലാം കഴിഞ്ഞിട്ട് this is yes I will sure I will help you means ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം പത്ത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം എഴുപത്തിനാല് പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ അപ്പോ ഓരോരുത്തരും മീൻസ് അവരുടെ സ്റ്റഡി സെന്ററിൽ ഉള്ള റിസർച്ച് ഹാൻഡിൽ ചെയ്യുന്ന ഗൈഡായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം ഇനി എനിക്ക് അറിയില്ല ഇനി എന്തായിരിക്കും എന്നുള്ളത് നമ്മുടെ പ്രാക്ടിക്കും തുടങ്ങാനുള്ള ഒന്നും ആയിട്ടില്ല മീൻസ് റിസർച്ച് നിങ്ങൾക്ക് ഒരു ടോപ്പിക് എന്തായാലും സെലക്ട് ചെയ്യാം അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം മീൻസ് ചോദിച്ചോളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇനി കുറച്ച് നേരം ഡിസ്കഷന് വെക്കാം മീൻസ് തിയറി എന്തായാലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിച്ച് പഠിക്കുക അത്രയേ ഉള്ളൂ ചെയ്യ മീൻസ് പ്രാക്ടിക്കൽ ചെയ്തു തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി മീൻസ് ഈ കുഴപ്പമില്ല നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമാണ് അതിൻ്റെ മീൻസ് ബേസിക് കിട്ടിയില്ലെങ്കിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറുന്നവർക്കും മീൻസ് ഇപ്പൊ രണ്ട് ക്ലാസ്സിലും ഞാനിപ്പോ എങ്ങനെ ഒരു എക്സാമ്പിളൊക്കെ എടുത്ത് ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യണ്ടേന്നുള്ളത് ഇനി ആർക്കെങ്കിലും പുതിയതായിട്ട് അറിയണമെങ്കിൽ ഇപ്പൊ ചോദിക്കാം ഇനി തിയറി ഇനിയിപ്പോ ഒരു ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ക്ലാസ് കഴിഞ്ഞു ഓൾറെഡി ചെയ്ത് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂലേ ചെയ്ത് വെച്ച് നിങ്ങൾ എവിടെയും പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യുക യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ല അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ മാരിറ്റൽ കൺഫ്ലിക്ട്സിന്റെ കുഴപ്പമില്ല നമുക്ക് എന്തായാലും അത് കണ്ടിന്യൂ ചെയ്തോളൂ പ്രശ്നമൊന്നുമില്ല മാം മാഡത്തിന്റെ നമ്പർ കോൺടാക്ട് നമ്പർ ഒന്ന് തരാമോ കാരണം ഞങ്ങൾ എന്നെ പോലുള്ളവരൊക്കെ ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ വന്നേ അപ്പൊ ഇതിനു മുൻപുണ്ടായ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കേ ഓക്കെ ഓക്കെ തരാലോ എൻ്റെ അടുത്ത് വേറെ നമ്പറും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാക്ടറിയിലെ നമ്പർ ഞാൻ തരാം മീൻസ് നേരത്തെ ഒരാളിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു മാം നമ്പർ പറഞ്ഞാലും മതി പറഞ്ഞാലും മതി ഞാൻ എഴുതി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ and വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാട്ടോ റിസർച്ചിനോട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യം എന്നെ എന്നെ ചോദിക്കേ എനിക്ക് മനസ്സിലാവുന്നില്ല ബുദ്ധിമുട്ടുള്ള ക്ലാസ് എന്തെങ്കിലും മനസ്സിലായിട്ട് അല്ല മാം ഈ റിസർച്ച് എന്ന് പറഞ്ഞ് എങ്ങോട്ടാ പോണ്ടത് നമ്മൾ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുമോ അതല്ല എങ്ങനെയുണ്ട് ഇതിന് ടോപ്പിക് സംഘടിപ്പിക്കുക ഒരു ഉദാഹരണ ടോപ്പിക് എന്ന് പറയും ആദ്യമായിട്ടാണോ ക്ലാസ്സിൽ വരുന്നേ വളരെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ട് ആ അതാണ് പ്രശ്നം ആദ്യമായിട്ട് ക്ലാസ് വരുന്നോണ്ടാണ് ഈ പ്രശ്നം കാരണം ഞാൻ ഈ അഞ്ച് ക്ലാസ് ഉണ്ടെങ്കിൽ അഞ്ച് ക്ലാസ്സിലും പറഞ്ഞ കുഴപ്പമുണ്ടായിട്ടല്ല ഞാൻ പറയണത് അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ ഞാൻ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ തന്നെ പറഞ്ഞിരുന്നു സൈക്കോളജി ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സൈക്കോളജിക്കൽ ഡിസ്ട്രസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാൻ പറഞ്ഞിരുന്നു psychological distress and self esteem among adolescents കേൾക്കുന്നില്ലേ അതൊരു ടോപ്പിക് അതായത് രണ്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റിനെയർ അവൈലബിൾ ആയിരിക്കണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റിനെയർ അവൈലബിൾ ആയിരിക്കണം ഇങ്ങനെ ഏതെങ്കിലും ഈ രണ്ട് ക്വസ്റ്റിനെയർ മീൻസ് അതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയാ ആ രണ്ട് വേരിയബിൾ എടുക്കുക ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ആൾക്കാർ എടുക്കുക ഒന്നുകിൽ അഡോളസൻസ് ആവാം അല്ലെങ്കിൽ അഡൾട്ട് ആവാം അല്ലെങ്കിൽ മാരീഡ് അല്ലെങ്കിൽ അൺമാരീഡ് അങ്ങനത്തെ കാറ്റഗറി എടുക്കാം പിന്നെ ചിൽഡ്രൻ ചിൽഡ്രൻ എടുക്കുന്നത് അത്ര നല്ലതല്ല ചിൽഡ്രനേക്കാൾ നല്ലത് അഡോൾസൻസ് തൊട്ടുള്ളത് എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ പിന്നെ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ എടുത്തിട്ട് രണ്ട് വേരിയബിൾ തീരുമാനിച്ചിട്ട് അവർക്ക് ഈ ക്വസ്റ്റിനെയർ കൊടുക്കുക നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക അതിൽ ഹൈപ്പോത്തിസിസ് എഴുതുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ആ ഹൈപ്പോത്തീസിസ് എഴുതുന്നതനുസരിച്ചിട്ടാണ് അതിന്റെ ബാക്കി അനാലിസിസ് പ്രൊസീജിയർ ഏത് ടെസ്റ്റ് കുറെ ടെസ്റ്റ് അത് ചെയ്യണത് ചെയ്യണം നമ്മൾ കേട്ടുമല്ലോ അനാലിസിസ് ചെയ്യണമെങ്കിൽ ഹൈപ്പോത്തീസിസ് എഴുതണം എന്താണ് ഹൈപ്പോത്തീസിസ് എന്നൊക്കെ ഏറ്റവും ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക എളുപ്പമല്ല മീൻസ് എങ്കിലും പറയാണ് ഹൈപ്പോത്തീസിസ് എഴുതിയിട്ട് അതിന്റെ ബേസിസിൽ വേണം നമ്മൾ അനാലിസിസ് നടത്താൻ വേണ്ടി ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ വരുമ്പോ നിങ്ങളുടെ ഗൈഡ് ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് ഒന്നുകൂടി നിങ്ങൾ ടെൻഷൻ ഒന്നും ആവണ്ട ഒന്നുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മാം കഴിഞ്ഞ ദിവസം രണ്ട് പി ഡി എഫ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ലേ ടൂൾസിന്റെ അത് കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ വേരിയബിൾസും ക്വസ്റ്റിനേഴ്സും എങ്ങനെയാ അതൊന്ന് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അത് ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ല അതില് ഫുള്ള് അത് നിങ്ങൾ എടുത്ത് തുറന്ന് നോക്കിയോ നോക്കി പക്ഷെ കൺഫ്യൂഷൻ ആവുകയാണത് കൺഫ്യൂഷൻ വെച്ചാൽ അതില് ഒരു ഒരുപാട് ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അതായത് അതില് അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു രണ്ടെണ്ണം എടുക്കാം ഏതെങ്കിലും ഒരു രണ്ടെണ്ണം എടുക്കുമ്പോ ആ രണ്ടെണ്ണത്തില് അത് വെറുതെ ഒരു സാമ്പിൾ ഗ്രൂപ്പ് കൂടി നിങ്ങൾ എടുക്കാം എന്നിട്ട് അത് വെറുതെ ഒന്ന് നിങ്ങൾ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പൊ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടും അതിലേതെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ റിസർച്ച് ഇവർ നടത്തുന്നത് നിങ്ങൾക്ക് അതായത് രണ്ട് വേരിയബിൾ എടുക്കുമ്പോൾ രണ്ടും ഏകദേശം ഒരു കണക്ഷൻ ഉണ്ടാവണം കേട്ടോ രണ്ടറ്റത്തുള്ള രണ്ട് സാധനങ്ങൾ യോജിപ്പിക്കാൻ നമ്മൾ നോക്കാൻ പാടില്ല എന്തെങ്കിലും മീൻസ് എന്തെങ്കിലും മീൻസ് എളുപ്പമുള്ളത് അല്ല എളുപ്പമുള്ളതല്ല രണ്ട് തമ്മിൽ റിലേഷൻ ഉള്ള രീതിയിലുള്ള വേരിയബിൾ വേണം എപ്പോഴും നമ്മൾ എടുക്കാൻ വേണ്ടി മാം ഹലോ പറയൂ പറയൂ ആ മാം ഈ ക്വസ്റ്റിനെയർ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഒരു ടോപ്പിക്കിന് തന്നെ നമുക്ക് രണ്ട് ക്വസ്റ്റിനെയർ യൂസ് ചെയ്യാൻ പറ്റുമോ അതായത് അതായത് അതിനാണ് ഞാൻ പറഞ്ഞത് രണ്ട് വേരിയബിൾ എടുക്കണമെങ്കിൽ രണ്ട് ക്വസ്റ്റിനെയർ ഓക്കെ അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ റിലേഷൻഷിപ്പ് അക്കോർഡിംഗ് ടു ഫാമിലി മെമ്പേഴ്സോ അത് ടോപ്പിക് എനിക്ക് അറിയില്ല ഇപ്പൊ രണ്ട് ഓക്കെ രണ്ട് ഗ്രൂപ്പ് നിങ്ങളുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഐഡിയ വെച്ച് ഗൂഗിളിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഒരു മീൻസ് എങ്ങനെയാണ് scholastic articles related to this topic എന്ന് പറഞ്ഞ ഒരുപാട് കാണാം നമുക്ക് നെറ്റിൽ അത് സെലക്ട് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാല് നിങ്ങളുടെ മനസ്സിലുള്ള ആശയം അതിലുള്ള ആശയം സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കിപ്പോ പറഞ്ഞു തരാൻ പറ്റുള്ളൂ കാരണം ഇനി എക്സാമിന്റെ ക്ലാസ് ഉണ്ടാവും ബിക്കോസ് തിയറി ഒക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞില്ലേ ഇനി ഫോർത്ത് ബ്ലോക്കിന്റെ ഉണ്ടാവോ ആ ഫോർത്ത് ബ്ലോക്കിന്റെ ഉണ്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ല നമുക്ക് അഞ്ച് സെഷൻ ആണ് ഉള്ളത് മീൻസ് ഫോർ നാല് ബുക്സ് ഉണ്ട് പിന്നെ ഒരെണ്ണം ഒരു ഇതിന്റെ ഉണ്ട് റിസർച്ചിന്റെ മിനി റിസർച്ചിന്റെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ലാസ്റ്റ് വൺ കൂടി ഉണ്ട് അതന്നെ അഞ്ച് ബുക്കാണ് നമുക്കുള്ളത് അഞ്ച് സെഷനാണ് ഉള്ളത് എന്തായാലും കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ മാം നേരത്തെ ചോദിച്ച ആ കുട്ടി എന്തോ ഒരു പി പി ടി സെൻഡ് ചെയ്ത് തന്ന കാര്യം പറഞ്ഞു പക്ഷെ ഞങ്ങൾക്കൊന്നും ഈ പി പി ടി കിട്ടാൻ ഒരു മാർഗം ഇല്ലല്ലോ മാം അത് ഞാൻ പറഞ്ഞല്ലോ ഞാന് മീൻസ് വേലൂരാണ് അപ്പൊ നിങ്ങൾക്ക് അവരെ ആരെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ അല്ലെങ്കിൽ ഇപ്പോ മീൻസ് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച അവർ അയച്ചു തരാം അല്ലെങ്കിൽ എനിക്കൊരു പേഴ്സണലി ഒരു മെസ്സേജ് അയച്ചു തന്നാൽ സെന്റർ ഞാൻ പറഞ്ഞ എല്ലാവരും കൂടി ഒരുമിച്ച് അയക്കുമ്പോൾ നമുക്കത് നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം നിങ്ങളുടെ സെന്ററിൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും അതിന്റെ ഒരു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഉണ്ടെങ്കിൽ അവിടുന്ന് ആരെങ്കിലും ഒരാൾ എനിക്ക് അയച്ചാൽ ഉപകാരമായിരിക്കും എല്ലാരും കൂടി ഒരുമിച്ച് അയച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു ഇരുപത്തിമൂന്ന് പേര് എനിക്ക് മെസ്സേജ് അയച്ചയത്തെ എന്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സെന്ററിൽ നിന്ന് ഒരാൾ എന്ന രീതിയിൽ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് അതൊന്നുകൂടി എളുപ്പമായി താങ്ക് യു ഒരു കാര്യം മാം പ്രാക്ടിക്കത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ മിനിസ് റിസർച്ച് അത് നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് നോക്കിയാലും മതിയാവല്ലോ എങ്ങനെ വേലൂര് വേലൂർ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം വെച്ചിരുന്ന അറ്റൻഡ് ചെയ്തിരുന്നോ അപ്പൊ അതനുസരിച്ച് ആ ഞാൻ അതിന് എന്തായാലും ഇപ്പൊ ഇപ്പൊ ജൂണിൽ എന്തോ ഒരു സമയം അസൈൻമെന്റ് തന്നിട്ടുണ്ടെന്ന് ഇപ്പൊ അസൈൻമെന്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് എക്സാം കഴിഞ്ഞിട്ട് പ്രാക്ടിക്കം മതി മതി പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് മാത്രം എന്ത് റിസർച്ചിന് ടോപ്പിക് എപ്പോഴും ടോപ്പിക്കും ക്വസ്റ്റനെയറും എപ്പോഴും മനസ്സിൽ റെഡിയാക്കി വെക്കുക പിന്നീട് നമ്മൾക്ക് ഡാറ്റ കളക്ഷൻ ഒക്കെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പതിയെ എഴുതി ഉണ്ടാക്കലൊക്കെ പതിയെ ചെയ്യാം ക്വസ്റ്റനെയർ വേരിയബിൾസും ക്വസ്റ്റനെയറും ടൈറ്റിലും റെഡിയാക്കുക പി പി ടി സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞു ഇതിൽ എങ്ങനെയാണ് പി പി ടി ഗൂഗിൾ മീറ്റിൽ എങ്ങനെയാണ് സെൻഡ് ചെയ്യാന്ന് എനിക്ക് അറിയില്ല ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ <laughs> അയച്ചു തരാറുന്നു സബിദ മുഹമ്മദ് സെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ഗൂഗിൾ മീറ്റിൽ എങ്ങനെ സെൻഡ് ചെയ്യാന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഇനി അതർ മാം നെക്സ്റ്റ് ക്ലാസ്സിനെ പറ്റി എങ്ങനെയാ ഇൻഫർമേഷൻ കിട്ടുന്നത് എനിക്ക് കാരണം എനിക്ക് വേലൂർ സെന്ററിൽ നിന്നാണ് മിക്കതും എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് സാറ്റർഡേ ഉണ്ടാവും നെക്സ്റ്റ് സാറ്റർഡേ എനിക്ക് ടു ടു ഫോർ തന്നെയാണ് ഞാൻ സമയം വെച്ചിരിക്കുന്നത് രണ്ട് ക്ലാസ് കൂടിയാണ് ഇനി ഉള്ളത് അത് നെക്സ്റ്റ് സാറ്റർഡേ അതിന്റെ പിറ്റത്തെ സാറ്റർഡേ ആയിട്ട് ഉണ്ടാവണം ടു ടു ഫോർ തന്നെ അതിന്റെ ലിങ്കോ നിങ്ങൾക്ക് ഇപ്പൊ ഈ ലിങ്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ആ അപ്പോ വാട്സപ്പ് ഗ്രൂപ്പ് അറിഞ്ഞൂടാ ലിങ്ക് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോ റീജിയണൽ സെന്ററിൽ നിന്ന് അയച്ചു തന്നേക്കാണ് ആ അതെ അവിടെ രജിസ്റ്റർ ചെയ്തവർക്ക് റീജിയണൽ സെന്ററിൽ നിന്ന് അയച്ചു ഓക്കെ അങ്ങനെയാ വരികയാണ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും മാം റിസർച്ചിന് നമുക്കൊരു ഗൈഡിന് വേണ്ടേ അത് അവര് പ്രൊവൈഡ് ചെയ്ത് തരുമോ സ്റ്റഡി സെന്ററിൽ നിന്ന് അങ്ങനെയാണ് ശരിക്ക് അതായത് നിങ്ങൾക്ക് ഇപ്പൊ ബാക്കി ഏത് എം സി എഫ് ടി തന്നെയാണോ course M S C C F T ആണ് ഒരു സെന്ററിലും ഒരു സബ്ജക്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു ടീച്ചർ ഉണ്ടാവും അവരാണ് അതിന്റെ തിയറിയും പ്രാക്ടിക്കും ചെയ്യാറ് പക്ഷെ ഇപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഇപ്പോ എല്ലാ സെന്ററും കൂടെ ഒരുമിച്ച് വരുന്ന എന്താണെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ തന്നെ ചോദിക്കേണ്ടതായിരിക്കും അതാണ് നല്ലത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തോളൂ ഞാൻ തന്നെയാണ് മിനി റിസർച്ചിന് കീഴിൽ ഞാൻ തന്നെയാണ് ആ റിസർച്ച് ടോപ്പിക് റിപ്പീറ്റേഷൻ പാടില്ല എന്ന് പറഞ്ഞത് മീൻസ് ഇപ്പോ ഇപ്പൊ ഒരു സെന്ററിൽ നിന്ന് പോകുമ്പോ ആ സെന്ററിൽ റിപ്പീറ്റേഷൻ വരാതെ നോക്കിയാൽ മതി എല്ലാ സെന്ററുകാരും ഒരുമിച്ച് നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഒരു സെന്ററിൽ തന്നെ അയക്കുമ്പോൾ റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ മാക്സിമം നോക്കാം അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും അവരുടെ ഇത് കൺഫേം ആയിട്ട് എന്നെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻസ് ഇവിടുത്തെ സെന്റർ വേലൂർ സെന്ററിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് റിപ്പീറ്റേഷൻ വരാൻ പാടില്ല എന്നാണ് സെയിം സെന്ററിൽ തന്നെ പോകുമ്പോ സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയർ അത് ഉപയോഗിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും എന്താണ് Google Google doctor Google docs ഒക്കെ വെച്ചിട്ട് അതെങ്ങനെയാ ചെയ്യേണ്ടത് ശരിക്കും നമ്മൾ റിട്ടൺ ആണ് കയ്യിൽ എഴുതേണ്ടതാണോ അല്ല ടൈപ്പ് ചെയ്ത് എടുക്കേണ്ടതാണ് ടൈപ്പ് ചെയ്യുന്നതാണ് മിനി റിസർച്ച് ടൈപ്പിംഗ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റനയർ യൂസ് ചെയ്യാതെ ആ ഗൂഗിൾ ഫോം അല്ലേ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ ഫോം ഗൂഗിൾ ഫോം ചെയ്യാൻ കുഴപ്പമില്ല tell about standard questionnaire standard questionnaire ഞാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനെയർ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ആണെന്ന് മനസ്സിലാവണമെങ്കിൽ it should be reliable and valid validity reliability ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനെയർ സ്റ്റാൻഡേർഡൈസ്ഡ് ക്വസ്റ്റ്യനെയർ ആണെന്ന് പറയാം ഇപ്പൊ നിങ്ങൾ നെറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനെയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ക്വസ്റ്റനെയർ ആയാലും അതിനൊരു മാനുവൽ ഉണ്ടാവും എങ്ങനെയാണ് ആ ടെസ്റ്റ് ചെയ്യേണ്ടത് അതിന്റെ റിലയബിലിറ്റി എങ്ങനെയാണ് അവർ ചെക്ക് ചെയ്തിട്ടില്ല കണ്ടുപിടിച്ചത് വാലിഡിറ്റി എങ്ങനെയാണ് കണ്ടുപിടിച്ചത് സ്കോറിംഗ് എങ്ങനെയാണെന്നുള്ളത് ഈ റിലയബിലിറ്റി വാലിഡിറ്റി സ്കോറിംഗ് ഈ മൂന്നും അറിയാമെങ്കിൽ ഒരു ടെസ്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ആണ് പറയൂ പറയൂ നമ്മുടെ പ്രാക്ടിക്കൽസിന് ആറ് ടെക്സ്റ്റ് ഇല്ല ആറ് ടെക്സ്റ്റ് ഇല്ലല്ലോ അഞ്ച് ടെക്സ്റ്റ് ഇല്ലല്ലോ അതിൽ അഞ്ചാണ് ഇപ്പൊ വന്നിട്ടുള്ളത് uh, എന്താ എന്താണ് പറഞ്ഞത് പ്രാക്ടിക്കൽസിന് നമുക്ക് ആറ് ടെക്സ്റ്റ് അത് ജേണലാണ് റിഫ്ലക്റ്റീവ് ജേണലാ ഓക്കെ അതിലെ പ്രാക്ടിക്കൽസും നമ്മുടെ ഗൈഡ് ഇൻസ്ട്രക്ഷൻസ് തന്നതിന് ശേഷം മാത്രം തുടങ്ങിയാൽ മതിയോ മതി അല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് എങ്ങനെയാണ് റിസർച്ച് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഗൈഡ് വന്ന് നിങ്ങളോട് ചെയ്യിക്കാൻ പറയില്ല നിങ്ങൾ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗൈഡിനെ പോയി കാണണം മീൻസ് കാണണം എന്ന് വെച്ചാൽ മീൻസ് എങ്ങനെയാന്ന് വെച്ചാൽ ചോദിക്കുക പറയുക ചെയ്യണം അങ്ങനെ നമുക്ക് അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് റിസർച്ചിന്റെ കാര്യമല്ല ചോദിച്ചത് ഇപ്പൊ പ്രാക്ടിക്കൽസിൽ അവരൊരു ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ടാകും അത് നോക്കിയിട്ട് പത്തെണ്ണത്തിൽ മൂന്നെണ്ണം കമ്പൽസറി എന്നുള്ളതാണ് അതില് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മൂന്നെണ്ണത്തിൽ റിസർച്ച് കമ്പൽസറി ആണ് കൂടാതെ പ്രാക്ടിക്കലില് ഒരേ ടെക്സ്റ്റിലെ മൂന്നെണ്ണം വെച്ച് ചെയ്യണോ അങ്ങനെയാണോ അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ എന്തായാലും റിസർച്ച് കമ്പൽസറി ആണെന്ന് എനിക്കറിയാം ബാക്കിയുള്ള പേപ്പർ ഹാൻഡിൽ ചെയ്യുന്നവരോടൊന്ന് ചോദിച്ചു നോക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ പ്രാക്ടിക്കൽസിനും നമുക്കൊരു ഗൈഡ് വരും എന്നാണോ പറയണേ അല്ല നിങ്ങളുടെ ആ സബ്ജക്ട് ആരാണോ നിങ്ങൾക്ക് എടുക്കുന്നത് അതാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽസിന്റെ guide okay thank you ma'am ഈ റിസർച്ചില് മുപ്പത് പേരെ സെലക്ട് ചെയ്ത ഈ മുപ്പത് പേർക്കും ഈ ക്വസ്റ്റിനയർ കൊടുത്ത അതിന്റെ ആ ക്വസ്റ്റിനയർ ഫില്ല് ചെയ്തത് ഈ റിസർച്ച് പേപ്പറിൽ വെക്കണോ വേണ്ട വേണ്ട വേണ്ട അതിന്റെ ആവശ്യമില്ല നിങ്ങൾ എപ്പോഴും സാമ്പിളിനെ സെലക്ട് ചെയ്യുമ്പോൾ ജെൻഡർ ഡിഫറൻസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ നോക്കുക കാരണം അതൊരു വേരിയബിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും മെയിൽ ആൻഡ് ഫീമെയിലിനെ നോക്കി സെലക്ട് ചെയ്യുക രണ്ടുപേരും എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ മുപ്പത് പേരാണെങ്കിൽ പതിനഞ്ച് മെയിലും പതിനഞ്ച് ഫീമെയിലും അങ്ങനെ എടുക്കാൻ നോക്കുക ഇപ്പൊ മാരീഡ് ആൻഡ് അൺമാരീഡിലാണ് നടത്തുന്നതെങ്കിൽ പതിനഞ്ച് മാരീഡ് പതിനഞ്ച് unmarried working and non working ആണെങ്കിൽ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ അങ്ങനെ ഈക്വൽ ഈക്വലി ആയിട്ട് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അതൊരു ഉപകാരപ്പെടും സ്റ്റഡിയിലേക്ക് മാം നമ്മളൊരു കപ്പിൾ റിലേഷൻ ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ ഈ കപ്പിളിൽ മെയിലും ഫീമെയിലും വൺ വൺ ആയി കൂട്ടും അതല്ല ഒരു കപ്പിളാണോ അത് കൺസിഡർ ചെയ്യാം ഒരു മീൻസ് അങ്ങനെ കപ്പിളിന് മീൻസ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കപ്പിളിൽ തന്നെ മെയിലും ഫീമെയിലും എങ്ങനെയാണ് നോക്കിയാൽ മതി കപ്പിളിനെ ഒന്നായിട്ട് നമുക്ക് കൂട്ടിയിട്ട് ഒരു കപ്പിളിനെ കൊണ്ട് ഒരു ക്വസ്റ്റനെയർ ഫില്ല് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ കപ്പിളിൽ തന്നെ സ്റ്റഡി ചെയ്യുമ്പോൾ മെയിൽ വേറെ ഫീമെയിൽ വേറെ ആ സെയിം കപ്പിളിൽ തന്നെ മെയിൽ ഫീമെയിൽ രണ്ടായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല പതിനഞ്ച് കപ്പിളുണ്ടെങ്കിൽ അപ്പോ മുപ്പത് പേരെ കിട്ടുമല്ലോ മുപ്പത് പേരെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റനെയർ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ താൽക്കാലികമായിട്ട് നമ്മൾ പുതിയ ക്വസ്റ്റനെയർ ഒന്നും ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നില്ല ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള റിലയബിലിറ്റിയും വാലിഡിറ്റിയും ചെക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റനേഴ്സ് ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡൈസ് എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല വിൽ ഡിസൈഡ് അത് ഡെവലപ്പ് സർക്കാരാണ് അതിന്റെ റിലയബിലിറ്റിയും വാലിഡിറ്റിയും കണ്ടുപിടിച്ചിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ അത് റിലയബിൾ ആണെന്ന് പറയാം മീൻസ് സ്റ്റാൻഡേർഡൈസ്ഡ് ആണെന്ന് പറയാം നമുക്കത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല നമ്മളൊരു പുതിയ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്ത് അത് കുറെ പേർക്ക് അഡ്മിനിസ്ട്രേറ്റ് കണ്ടുപിടിച്ചാണ് അത് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയാ അപ്പൊ ഇപ്പൊ തൽക്കാലം നമ്മളിപ്പോ നമ്മുടെ സ്റ്റഡീസിനൊക്കെ യൂസ് ചെയ്ത് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് ചെയ്തിട്ടുള്ള ക്വസ്റ്റനേഴ്സ് ആണ് സാറ് ഈ ആറ്റുകാലത്തിൽ ഒരവിങ്കൽ വിജയരാം സാർ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല ഒന്നും കേൾക്കുന്നില്ല അൺമ്യൂട്ട് ആക്കിയാലും പറയുന്നൊന്നും കേൾക്കുന്നില്ല no sir Vijayaraman sir nothing to hear എല്ലാ പ്രാക്ടിക്കൽസും ഹാൻഡ് റിട്ടേൺ ആണോ എല്ലാം റിസർച്ചിലെ പോലെ തന്നെ എങ്ങനെയാണത് വേറെ വേറൊന്നും വിചാരിക്കരുത് ഐ തിങ്ക് എനിക്ക് സൈക്കോ മീൻസ് റിസർച്ചിന്റെ കാര്യം മാത്രമേ അറിയുള്ളൂ ബാക്കിയുള്ളത് അറിയില്ല അതിന്റെ അതായത് കൺസേൺ ടീച്ചേഴ്സിനോട് ചോദിക്കും നല്ലത് റിസർച്ച് എന്തായാലും ഹാൻഡ് റിട്ടൺ അല്ല ടൈപ്പിംഗ് ആണ് താങ്ക് യു ഇത് രണ്ട് റിസർച്ച് എത്ര പേജസ് വീതം അങ്ങനെ എത്ര വേർഡ്സോ അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ ലിമിറ്റേഷൻസ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് അറുപത് പേജാണ് മിനി റിസർച്ച് അമ്പതോ അറുപതോ അത്രേ വേണ്ടു എല്ലാം കൂടിയിട്ട് അത് എന്തൊക്കെയാണ് ഹെഡിങ് വരേണ്ടത് നമ്മൾ കുറച്ച് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും എന്തൊക്കെ ഹെഡിങ്സ് ആണ് റിസർച്ചിൽ വേണ്ട മെത്തഡോളജി എന്താണ് റിസർച്ച് ഡിസൈൻ അതൊക്കെ പറയാനുണ്ട് എല്ലാം കൂടി നമുക്ക് ഒരു സിക്സ്റ്റി പേജസ് മതി ഫിഫ്റ്റി ഓർ സിക്സ്റ്റി എനിക്കിപ്പോ അത് ഇത്ര കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല ഫിഫ്റ്റി ഓർ സിക്സ്റ്റി പേജസ് ആണ് വേണ്ടത് രണ്ട് റിസർച്ചിനും അത്രയാണോ വേണ്ടത് അതോ രണ്ട് റിസർച്ചിന് ഡെസേർട്ടേഷൻ ആണോ ചോദിക്കുന്നത് അതെ ആ ഡെസേർട്ടേഷൻ അല്ലല്ല ഡെസേർട്ടേഷൻ മീൻസ് സെക്കൻഡ് ഇയറിൽ എനിക്കിപ്പോ ഇൻചാർജ് ഇല്ല അതിന്റെ അതിന്റെ കാര്യങ്ങൾ അത്ര എനിക്ക് അറിയില്ല കാരണം ഞാൻ മിനി റിസർച്ച് ഫസ്റ്റ് ഇയറിൽ മാത്രമേ എനിക്ക് ക്ലാസ് ഉള്ളൂ സെക്കൻഡ് ഇയറിൽ അങ്ങനെ ആവാൻ വരില്ല ഡെസേർട്ടേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലുതാണല്ലോ അതിലെ പേജ് ഓഫ് നമ്പർ കൂടാൻ സാധ്യതയുണ്ട് മിനി റിസർച്ചിൽ ഫിഫ്റ്റി ടു സിക്സ്റ്റി പേജ് മതി മാക്സിമം രണ്ട് വേരിയബിൾ വേണോന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ട് വേരിയബിൾ വെച്ചിട്ട് സ്റ്റഡി ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം അപ്പൊ വേഗം നമുക്ക് റിസൾട്ട് കിട്ടി റിലേഷൻഷിപ്പ് കാണാന്നുള്ളൊരു പ്രൊസീജിയർ മാത്രം അതിൽ ചെയ്താൽ മതി രണ്ട് വേരിയബിൾസ് ഒരെണ്ണം വെച്ചിട്ടും ചെയ്യാം രണ്ട് വേരിയബിൾസ് ആകുമ്പോൾ ഒന്നുകൂടി ഈസിയാണ് കോറിലേഷൻ ചെയ്താൽ മതി എപ്പോഴും ഈ ഒരു വേരിയബിൾ മാത്രം വെച്ച് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും എപ്പോഴും എന്ത് വേണം ജെൻഡർ മീൻസ് ജെൻഡറോ മെയിൽ ഓർ ഫീമെയിൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വർക്കിംഗ് ഓർ നോൺ വർക്കിംഗ് അങ്ങനെ രണ്ടെണ്ണം ആയിട്ട് എടുക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക എന്നാലേ നമുക്ക് ടി ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കുക ജെൻഡർ ഡിഫറൻസ് വെച്ചിട്ട് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് വെച്ച് കളക്ട് ചെയ്യുക അതൊക്കെ സോഷ്യോ ഡെമോഗ്രഫിക് ഡാറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങളുടെ അടുത്ത് സൈക്കോളജി പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവര് ഫൈനൽ ഇയറിൽ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പി ജി മീൻസ് നിങ്ങൾക്ക് ഒരു റെഫറൻസിന് ഇപ്പൊ നമുക്ക് സ്റ്റഡി സെന്ററിൽ വരാൻ പറ്റാത്തും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ആരെങ്കിലും ഒക്കെ അടുത്തുള്ളെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ എങ്കിലും കിട്ടും മാം നമ്മൾ ഡിഗ്രിക്ക് ചെയ്യുമ്പോൾ ഒരു വെച്ചിട്ട് നോട്ട് വിവേക് പറയുന്നത് എനിക്ക് ക്ലിയർ അല്ല എന്നാലും ചോദിച്ചതിന്റെ ഏകദേശം വെച്ച് ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ ഒരു വേരിയബിൾ വെച്ചായാലും ചെയ്യുന്നുണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞേ ഒരു വേരിയബിൾ വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാം സോഷ്യോ ഡെമോഗ്രഫിക് ഡാറ്റ എടുക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കാരണം ഒരു വേരിയബിൾ വെച്ച് നോക്കി ഇപ്പോ എന്താ സൈക്കോളജിക്കൽ ഡിസ്ട്രസ് എമംഗ് അഡോളസൻസ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നോക്കുക അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് എന്ത് ജെൻഡർ ഡിഫറൻസ് നോക്കാം അതില് ഇപ്പോൾ മെയിലും ഫീമെയിലിൻ്റെയും സൈക്കോളജിക്കൽ ഡിസ്ട്രസ് എങ്ങനെയാണ് അപ്പൊ അതാ ഞാൻ പറഞ്ഞ ഒരു വേരിയബിൾ വെച്ചിട്ടായാലും ചെയ്യാം പക്ഷെ ചെയ്യുമ്പോൾ എപ്പോഴും രണ്ട് ഗ്രൂപ്പെങ്കിലും വേണം വേരിയബിൾ ഒന്നാണെങ്കിലും ഒരെണ്ണേ ഉള്ളൂ എങ്കിൽ ഗ്രൂപ്പ് രണ്ടെണ്ണം വേണം ഏതെങ്കിലും രണ്ട് ഗ്രൂപ്പ് ഉണ്ടെങ്കിലാണ് നമുക്ക് ടി ടെസ്റ്റ് എങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അത് ജെൻഡർ അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് പറഞ്ഞില്ലേ റൂറൽ അർബൽ അങ്ങനെ പതിനഞ്ച് പതിനഞ്ച് മാരീഡ് അൺമാരീഡ് അങ്ങനെ പതിനഞ്ച് പതിനഞ്ച് അങ്ങനെ രണ്ടെണ്ണമായിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് എടുക്കാനായി എപ്പോഴും ശ്രമിക്കാം ഒരു തേർട്ടി ക്വസ്റ്റ്യൻസ് മതിയായിരിക്കുമല്ലോ ഞാൻ പറഞ്ഞു ഓൾറെഡി ഡെവലപ്പ് ചെയ്ത ക്വസ്റ്റ്യനെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ അതിൽ എത്രയുണ്ടോ അത് നമ്മൾ യൂസ് ചെയ്യണം തേർട്ടി ക്വസ്റ്റ്യൻസ് നമ്മളല്ല തീരുമാനിക്കുന്നത് ആ ക്വസ്റ്റ്യനെയറിൽ എത്രയുണ്ടോ മിനിമം ചെറുത് നോക്കി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ക്വസ്റ്റ്യൻസിന് ലിമിറ്റേഷൻ ഇല്ല എത്ര വേണമെങ്കിലും ആവും ഇനി എന്തെങ്കിലും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ ആരും മറക്കരുത് ലിങ്ക് ചാറ്റ് ബോക്സിൽ ഉണ്ടെന്ന് തോന്നുന്നു അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം ഞങ്ങൾക്കൊരു സാമ്പിൾ ഇതിന്റെ Just for, just for എന്താണ് സാമ്പിൾ ഞാൻ കേട്ടില്ലേ പറഞ്ഞത് ഹലോ കേൾക്കാമോ ഞാൻ പറയുന്നത് കേൾക്കാം ഞങ്ങൾക്ക് ആരെങ്കിലും റിസർച്ച് നടത്തിയതിന്റെ ഒരു സാമ്പിൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ ഒരു റെഫറൻസിന് വേണ്ടി നമ്മൾ സ്റ്റഡി സെന്ററിൽ വരുന്നുണ്ടെങ്കിൽ എനിക്കത് നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു പക്ഷെ അങ്ങനെ വേറെ ഒരാൾ ചെയ്തത് നമുക്ക് അങ്ങനെ ഗ്രൂപ്പിലിടാനോ മെയിൽ ചെയ്യാനോ ഉള്ള ഒരു ഇതില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും അതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കരുത് നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും രണ്ട് ടോപ്പിക് അടിച്ചു നോക്കിട്ട് നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് അതിലൊക്കെ വലിയ സംഭവങ്ങളാണ് എന്നാലും ഒരു മിനി രൂപം കിട്ടും എനിക്കിപ്പോ വേറെ ആൾക്കാർ ചെയ്തത് കയ്യിലില്ലാതെ അല്ല അത് അയച്ചു തരാൻ അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉള്ളത് കൊണ്ടാണ് മീൻസ് ഓൾറെഡി അവരൊക്കെ ചെയ്തിട്ടുള്ളതും ടോപ്പിക്കൊക്കെ എടുത്തിട്ടുള്ളതാവുമല്ലോ അപ്പൊ നമുക്ക് സ്റ്റഡി സെന്ററിൽ വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണിച്ചു തരായിരുന്നു നോ പ്രോബ്ലം അങ്ങനെ വരാൻ പറ്റാത്തതുകൊണ്ട് സോറി മാം ഇതിലേ പാറ്റൻസ് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഏതെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണോ ആപ്പ് വേറെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണോ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു അതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട അതിൽ ജസ്റ്റ് കയറി നിങ്ങളുടെ പേരും ഇത് മാത്രം അടിച്ചു കൊടുത്താൽ അത് തന്നെ ആയിക്കോളും എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം അറിയാൻ കഴിഞ്ഞത് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഷീറ്റ് വരുമ്പോൾ അതിൽ നമ്പർ നെക്സ്റ്റ് നമ്പർ ഇട്ടിട്ട് നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ തന്നെ അത് അപ്ലോഡ് ആയി പോയി ആയിക്കൊള്ളും ആണോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ദേ സബിത മുഹമ്മദ് പറയുന്നുണ്ട് മാം ഹലോ ആ മാം ഒരു സൈക്കോളജി സ്റ്റുഡന്റിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു റിസർച്ച് എനിക്ക് കിട്ടി പക്ഷെ അത് anxiety anxiety diabetic patients and and their strategies അങ്ങനെ ഒരു ടോപ്പിക് ആണ് പക്ഷെ ആ ആ റിസർച്ചിലുള്ള ആ ഒരു മോഡൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും പറ്റുമോ ആ മോഡൽ ഫോളോ ചെയ്യാൻ പറ്റുമോ പിന്നെന്താ കുഴപ്പമില്ല ഓക്കെ മാം ഹലോ മാം അസൈൻമെന്റിനെ കുറിച്ച് അറിയൂ മാം അത് എങ്ങനെയാ ഞങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇപ്പം ഈ ടൈമിൽ പോസ്റ്റ് ചെയ്താൽ മതിയോ അല്ല എന്താ ചെയ്യേണ്ടത് സ്കാൻ ചെയ്ത് സെൻഡ് ചെയ്താൽ മതിയോ ഞാൻ പറഞ്ഞു അതിന്റെ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും സ്കാൻ ചെയ്ത കോപ്പി ആവണം നിങ്ങൾ എഴുതിയ കോപ്പിയാണ് ശരിക്കും വേണ്ടത് സ്റ്റഡി സെന്ററിൽ കൊണ്ടുകൊടുക്കുന്നത് കൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു മീൻസ് അത് നിങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സ്റ്റഡി സെന്റർ ആയിട്ട് കോണ്ടാക്ട് സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്ത് നമ്മൾ സൈൻ ഒക്കെ ചെയ്യാറുണ്ടല്ലോ ഞാൻ ഡിഗ്രി തന്നെ ചെയ്തത് ഈ അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ സ്റ്റഡി സെന്ററിൽ തന്നെ ചെയ്തിട്ട് കൺഫേം ഹലോ നിങ്ങളുടെ സ്റ്റഡി സെന്ററിനെ കോണ്ടാക്ട് ചെയ്തിട്ടേ അവരുടെ അടുത്ത് ചോദിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് and Slayer. okay. okay. Uh, any other questions? P P T ചോദിച്ച് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പി പി ടിയില് ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടു നിങ്ങൾക്ക് ഒരു ബ്രീഫായിട്ട് ഒരു ഐഡിയ തന്നു എന്ന് ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഗൂഗിൾ മീറ്റിൽ എങ്ങനെയാണ് പി പി ടി ഷെയർ ചെയ്യേണ്ടതെന്ന് സത്യത്തിൽ അറിയില്ല അല്ലെങ്കിൽ ഇവിടെ ചെയ്യായിരുന്നു ഞാൻ കുറെ നോക്കിയത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം അല്ലെങ്കിൽ പിന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനത് വാട്സപ്പിൽ അയച്ചു തരാം Ma'am, you are mute. mute. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഹലോ ഹലോ ആ പറയൂ സൗണ്ട് കേൾക്കുന്നില്ല അൺമ്യൂട്ട് ആക്കിയല്ലോ കേൾക്കുന്നില്ല hello not a single voice hello hello ആർക്ക് കേൾക്കുന്നില്ല എന്റെ ശബ്ദം കേൾക്കാമോ മാം ഇറ്റ്സ് ക്ലിയർ മാം ഒരു ഒരു ചോദ്യേ ഹലോ അതായത് നമ്മള് ക്വസ്റ്റിനെയർ നമ്മൾ ഇപ്പൊ എടുക്കുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ പേഷ്യന്റ് ഹെൽത്ത് ക്വസ്റ്റിനെയർ ഉണ്ട് അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ക്വസ്റ്റിനെയർ ഉണ്ട് അങ്ങനെ ക്വസ്റ്റിനെയർ എടുക്കുമ്പോൾ നമ്മൾ റിസർച്ച് വർക്കുമ്പോൾ സിസ്റ്റർ മാം പറഞ്ഞില്ലേ അമ്പത് തുടങ്ങി അറുപത് പേജ് വരെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞില്ലേ നമുക്ക് മിനി റിസർച്ചില് അപ്പോ ഈ ക്വസ്റ്റിനെയറിനെ കുറിച്ചുള്ള എക്സ്പ്ലൈൻ എക്സ്പ്ലനേഷനും ഇതിൽ എഴുതണോ കുറച്ച് എഴുതണ്ടോ കുറച്ച് എഴുതണോ ഓക്കെ ഇതില് നമ്മുടെ ഫൈൻഡിങ്സ് ആണ് മെയിൻ ആയിട്ട് എഴുതേണ്ടത് റിസർച്ച് ചെയ്യുമ്പോൾ ആ അതെന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് അതിന്റെ ഒരു ബുക്ക് കിട്ടാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തെ ആ ബുക്കിലെ ഓരോ സ്റ്റെപ്സും പറഞ്ഞിട്ടുണ്ട് എന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇപ്പൊ ഫോർത്ത് ഇതോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതാണ് മീൻസ് അടുത്ത ക്ലാസ്സിലും റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗ് ഉണ്ട് അതിൽ അടുത്ത ക്ലാസ് തൊട്ട് ഞാൻ ഏകദേശം ഐഡിയ പറഞ്ഞുതരാം എങ്ങനെയാണ് റിപ്പോർട്ട് റൈറ്റിംഗ് വേണ്ടതെന്ന് Okay. So you will be giving us a single uh, outline for the research, no? Yeah, yeah, yeah, yeah. Okay. I will give you. In next class, uh, I will uh, tell about the uh, re uh, report writing, how to write uh, your report, research report. Okay, okay. Thank you. Okay. Thank you. Ma'am ma'am അയച്ചു തന്ന മെഷേഴ്സ് എന്ന് പറയുന്ന ഒരു പി ഡി എഫ് ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് ഇൻസ്ട്രുമെന്റ്സ് ഫോർ കപ്പിൾസ് എന്നതിൽ സെർച്ച് ചെയ്ത് കിട്ടില്ലേ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനറാണ് യൂസ് എന്നുള്ളത്